എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ദെൻ ആ സൈക്കോളജി ആദ്യം എന്താണെന്ന് തന്നെ വേർഡ് സൈക്കോളജി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫിഫ്റ്റീൻ നയൻറ്റിയിൽ റൊഡോൾഫ് കോഗൽ എന്ന വ്യക്തിയാണ് ജർമ്മൻ സ്കോളാസ്റ്റിക് ഫിലോസഫർ ആയിരുന്നു സൈക്കോളജിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു ഗ്രീക്ക് വേർഡ് ആയിരുന്നു സൈക് സോള് ലോഗോസ് എന്ന് പറഞ്ഞാൽ സയൻസ് ദെൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നാല് സ്റ്റെപ്പായിട്ട് നമുക്ക് സൈക്കോളജിയെ കാണാം ഫസ്റ്റ് സ്റ്റെപ്പില് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസിൽ psychology as science of soul ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയ ഡെമോക്രാറ്റ്സ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ പറഞ്ഞത് ദെൻ ആത്മാവ് എവിടെയാന്ന് കണ്ടെത്താത്തത് കൊണ്ട് സെക്കൻഡ് ഫേസ് വന്നു അത് വന്നിട്ട് ജർമ്മൻ ഫിലോസഫറായ കാന്റ് ആണ് പറഞ്ഞത് psychology as the science of mind പിന്നീട് ഇവർക്ക് മൈൻഡ് എവിടെയാണെന്നും കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും മുമ്പോട്ട് പോയി തേർഡ് ഫേസിൽ psychology as the science of conscious ബോധത്തിന്റെ എന്ന് ഇത് പറഞ്ഞത് വില്യം ജെയിംസും വില്യം ഊണ്ടുമാണ് William James James from American psychologist ആയിരുന്നു വില്യം ഊണ്ട് ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു ദെൻ അവിടുന്ന് വീണ്ടും പോയി മുന്നോട്ട് ഏകദേശം ഒരു ട്വന്റിയത്ത് സെഞ്ചുറിയുടെ ആരംഭത്തില് psychology as the science of behaviour J B Watson American psychologist J B Watson Pavlov Skinner Thorndike തുടങ്ങിയവരാണ് ഈ ഡെഫിനേഷനിലേക്ക് വന്നത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയ ഒടുവർത്ത് കളിയാക്കി പറയുന്നുണ്ട് സൈക്കോളജിക്ക് അതിന് അതിന്റെ ആത്മാവിനെ ആദ്യം നഷ്ടപ്പെട്ടു രണ്ടാമത് എന്റെ മനസ്സ് നഷ്ടപ്പെട്ടു മൂന്നാമത് അതിന്റെ ബോധവും പോയി ഇപ്പം ആകെയുള്ളത് കുറച്ച് വ്യവഹാരങ്ങൾ മാത്രമാണെന്ന് അത് ഉഡ്വർത്തിന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ first psychology lost it soul then its mind then lost its consciousness it still has behaviour of a soul എന്നാണ് പറയുന്നത് ഇനി മുന്നോട്ട് പോയാൽ എനിക്കറിയാം എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം കഴിഞ്ഞ പത്തൊമ്പത് വർഷമായില്ലല്ലോ ഇതിൽ തുടങ്ങിയിട്ട് സൈക്കോളജിയിൽ എത്ര സ്കൂളിംഗ് ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പം വിരളിലുണ്ടോ പക്ഷെ നിങ്ങൾ വേറെ പല ഫീൽഡിലും വളരെ ബ്രില്യന്റ് ആണെന്നറിയാം എന്നാൽ സൈക്കോളജിയിൽ ശിശുക്കൾ ആയിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് psychology schools of psychology schools of സൈക്കോളജിയിൽ ആദ്യം ഡെവലപ്പ് ചെയ്തു വന്നത് സ്ട്രക്ചറലിസമാണ് സ്ട്രക്ചറലിസം മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സെൻസേഷൻ ഇമോഷൻ ഇമേജ് എന്നിങ്ങനെയുള്ള ആ ഒരു സ്ട്രക്ചർ ആയിട്ട് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ ആള് ജർമ്മൻ ഫിലോസഫറായ വില്യം ഊണ്ടാണ് അദ്ദേഹം തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതില് ലെപ്സിംഗ് എന്ന സ്ഥലത്ത് ആദ്യത്തെ ലാബോറട്ടറി സ്ഥാപിച്ചു സൈക്കോളജിയുടെ ലോകത്തിലെ ആദ്യത്തെ ലാബറട്ടറിയാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത് ദെൻ അതേ സമയത്ത് തന്നെ മറ്റൊരു ഭൂഖണ്ഡത്തിലിരുന്ന് functionalism William James American psychologist രണ്ടുപേരും ഒരേ സമയത്ത് രണ്ട് സ്ഥലത്താണ് ഇരുന്നിരുന്നത് എന്നാലും അദ്ദേഹം മനുഷ്യ മനസ്സിന്റെ ഫങ്ഷനെ കുറിച്ചാണ് പറഞ്ഞത് ധർമ്മത്തെ കുറിച്ചാണ് പറഞ്ഞത് ഓരോ വ്യക്തിക്കും അവനവന്റെ സാഹചര്യവും എൻവയോൺമെന്റുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഫങ്ഷൻ ലിസ്റ്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ചിക്കാഗോ ഫങ്ഷണലിസം എന്നും കൊളംബിയ ഫങ്ഷണലിസം എന്നും ചിക്കാഗോ ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡേവി ആൻഡ് ആൻഡ് കർ അവരുടെ ഫോളോവേഴ്സ് ദെൻ അതേപോലെ തന്നെ കൊളംബിയ ഫങ്ഷണലിസത്തിന്റെ ഫോളോവേഴ്സ് ആണ് Thorndike Cattell Woodworth next school of സൈക്കോളജിയിൽ നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തേത് ബിഹേവിയറിസം ആണ് ജെ ബി വാട്സൺ ആണ് ബിഹേവിയറിസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ടീച്ചർ സെന്റേഡ് ആയിരുന്നു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് ആ ഒരു കാലഘട്ടത്തിലുള്ളതിനെയാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത് കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് സ്കിന്നർ തോണ്ടേക്ക് തുടങ്ങിയവരാണ് then schools of psychology schools of psychoanalysis psychoanalysis Sigmund Freud ആണ് സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സൈക്കോളജിക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു id ego and super ego എന്ന് മൂന്ന് പാർട്സ് ആയിട്ടും ദെൻ മൂന്ന് ലെവലായിട്ടും അദ്ദേഹം സൈക്കോളജി മനസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ലെവലും മൂന്ന് പാർട്സും ഒന്ന് ഈ ego and superego the next conscious preconscious or subconscious the unconscious ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പഠിച്ചു കഴിഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ട്രിപ്പിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാം the next school Gestalt psychology ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്നിടയ്ക്ക് സൈക്കോ അനലൈസിസിൽ അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് മാത്രമാണ് സിഗ്മൺ ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സിഗ്മൺ ഫ്രോയിഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പ്ലഷർ എന്ന മീനിങ് അദ്ദേഹം ഉപയോഗിച്ച വേർഡ് സെക്സ് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു സിഗ്മൺ ഫ്രോയിഡ് ദെൻ ഡിഫൻസ് മെക്കാനിസവും പ്രൊജക്റ്റീവ് ടെക്നിക്സും ഇദ്ദേഹമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ തിയറികളും വന്നിരിക്കുന്നത് ഇത് നമുക്ക് മുന്നോട്ട് റിസർച്ച് മെത്തറോളജിയിൽ വേണം അതിനാണ് ഞാൻ ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങളുടെ അടുത്ത് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട് മുമ്പോട്ട് എടുക്കുമ്പോൾ പറയാം അത് ഓർത്തിരുന്നാൽ മതി സിഗ്മൺ ഫ്രോയിഡ് ആണ് എന്നുള്ളത് ദ നെക്സ്റ്റ് സ്കൂള് ഗസ്റ്റാൾട്ട് സൈക്കോളജിയാണ് മാക്സ് വർത്തിമാർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൂടെ Max Wertheimer plus three K എന്നാണ് ഞങ്ങളൊക്കെ ഓർത്തിരിക്കാറ് three K means Koffka Kohler Kurt Lewin ഇവര് മൂന്ന് പേരുമാണ് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഗസ്റ്റാൾട്ട് എന്ന ഒരു വേർഡ് ജർമ്മൻ വേർഡാണ് ആസ് എ ഓൾ എന്ന ഒരു മീനിങ് ആണ് ഇതിനുള്ളത് എന്തെങ്കിലും ഒന്ന് അദ്ദേഹം ഓരോ ദിവസം യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു പിക്ചർ അതായത് ക്രൈസ്റ്റിന്റെ പിക്ചറിന്റെ പിക്ചറിൽ ബൾബ് പല കളറിലുള്ള ബൾബ് വെച്ചിരുന്നു ഇദ്ദേഹം പുറകിലിരുന്ന് നോക്കുമ്പോൾ ഈ ബൾബുകൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇതൊരു മാലയാണെന്നാണ് പിന്നീടാണ് അത് ചെയ്തു നോക്കുമ്പോൾ അത് ഒരു ബൾബ് ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലായത് ഒറ്റ നോട്ടത്തിൽ സഡൻ ഗ്രാസ്പിംഗ് ഓഫ് നോളജ് പെട്ടെന്ന് കിട്ടുന്ന അറിവ് ആ രീതിയിലാണ് ഇദ്ദേഹം ഇതിനെ എടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞു വന്നതാണ് cognitive school school of psychology എന്നുള്ളത് കോഗ്നറ്റീവില് വന്നിട്ട് പിയാഷെ ഇതിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന അൾ അൾറിക് നെയ്സർ ആണ് ജർമ്മൻ ബോൺ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കോഗ്നറ്റീവിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് പിയാഷെ വൈഗോസ്കി ബ്രൂണർ മുതലായവരാണ് അതിലും ഇന്നും നെറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പിയാഷയുടെ തിയറികളാണ് നിങ്ങൾക്കത് വേറെ എവിടെയെങ്കിലും ഒക്കെ പഠിക്കാനുണ്ടാവും ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു ദെൻ ഇത് കഴിഞ്ഞിട്ട് ഹ്യൂമനിസം അബ്രാഹം മാസ്ലോവിന്റെ ഹൈറാക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ റിസർച്ച് മെത്തഡോളജിയിൽ എത്തിയിട്ടില്ല സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയുമാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി ഇനി എനിക്കറിയാം നിങ്ങൾക്ക് സൈക്കോളജി എന്താണെന്ന് അറിയാമെന്നുള്ളത് അറിയാം psychology the scientific study of human behaviour and mental process നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും മെന്റൽ പ്രോസസ്സിനെ കുറിച്ചും പഠിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ റിസർച്ച് മെത്തോളജി എന്തായിരിക്കും റിസർച്ച് മെത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ commonly we can say search for knowledge നമ്മൾ അറിവിന് വേണ്ടിയിട്ട് പുതിയൊരു അറിവിനെ നമ്മൾ കണ്ടെത്തുകയാണ് ഇതിൽ എനിക്ക് അറിയാതിരിക്കുന്നവരിൽ പലരും റിസർച്ച് കഴിഞ്ഞവരാണ് അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന the term research refers to the systematic method consisting of enunciating the problem formulating a hypothesis collecting the facts analyzing the facts and reaching certain conclusions, either in the form of solutions towards the concerned problem or in certain generalizations. എന്തുമാകാം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്നതാവാം അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ വരാൻ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ഒരു തിയറി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാവാം എന്തിനു വേണമെങ്കിലും നമുക്കൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് റിസർച്ച് ചെയ്യുന്നത് to gain familiarity with phenomenon or to achieve new insight into ഒരു പ്രത്യേകമായിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ഒരു ഫിനോമിനെ എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണ് അതിനാണ് അത് നമ്മൾക്ക് അറിയണം അതിന്റെ ഒരു പോർട്രേറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് പോർട്രേറ്റ് എന്ന് പറഞ്ഞറിയാലോ കൃത്യമായിട്ട് നമ്മളിപ്പോ സ്കാൻ ചെയ്തെടുക്കുന്ന പോലെ ഒരു ഒരു എന്തോ അത് ഹ്യൂമൻ ബിഹേവിയറിലാണെന്ന് മാത്രമേ റിസർച്ച് നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയറിലാണ് എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവിയർ വന്നു അപ്പൊ അത് ഇത്ര ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലേസിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ വരാനുണ്ടായ കാരണം അതാണ് നമ്മൾ നോക്കുന്നത് then second to portray accurately the characteristics of a particular individual situation or a group ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തെ ആൾക്കാരുടെ നമ്മൾ ആദ്യം കണ്ടു to gain familiarity with phenomenon or to achieve new insight എന്ന് ഒരു ന്യൂ ഇൻസൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടാമത്തതിനകത്ത് ഫോർ എക്സാമ്പിൾ അട്ടപ്പാടിയിലെ ഊരിലുള്ള ആൾക്കാരെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് പർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുന്നു അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് നിൽക്കുന്നു ചില പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസിലുള്ളവരുടെ ബിഹേവിയർ ഇനി അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാകാം അതൊരു ഇൻഡിവിജ്വലിനാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ബിഹേവിയർ എവിടുന്ന് ഇവർക്ക് വന്നു അല്ലെങ്കിൽ ഈ ആൾക്ക് വന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ആവുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത് ഇതിനൊരു റൂട്ട് കോസ് ഉണ്ടോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ആണോ ഹെറിഡിറ്ററി ആണോ എന്ന് നമ്മൾ പോയി പഠിച്ച് കണ്ടുപിടിച്ച് അതിനൊരു സൊല്യൂഷനുമായിട്ട് നമ്മൾ വരുക അല്ലെങ്കിൽ നമ്മളൊരു പുതിയ തിയറി ഉണ്ടാക്കുകയാണ് അതാണ് അതിന്റെ ലക്ഷ്യം then next to determine the frequency with which something occurs or with which it is associated with something else അതായത് എനിക്ക് ദേഷ്യം വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിലാണോ ഇനി എനിക്കൊരു ഡിപ്രഷൻ വരുന്നുണ്ട് എനിക്ക് ഡിപ്രഷൻ വരുന്നത് എല്ലാ നവംബർ മാസത്തിലും എല്ലാ മാർച്ച് മാസത്തിലുമാണ് അങ്ങനെയാണെങ്കിൽ അത് സീസണബിൾ ആണ് ഇതിന് എത്രമാത്രം ഫ്രീക്വൻസി ഉണ്ട് ഇവരുടെ ഈ ബിഹേവിയറൽ ചേഞ്ചസിന് അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലേസിലുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടി ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം the to test a hypothesis of a causal relationship with variables കുറെ കാര്യങ്ങളുണ്ട് കുറെ വേരിയബിൾസ് ഉണ്ട് അതിൽ നമ്മളൊരു ഹൈപ്പോത്തിസ് ഹൈപ്പോത്തിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റേറ്റീവ് അസംഷൻ ആണ് നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇത് വരുന്നത് ഇപ്പം എനിക്ക് ദേഷ്യം വരുന്നത് എന്റെ ഫാമിലി റിലേഷൻഷിപ്പിൽ എന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് റിസർച്ചർ കരുതി വെക്കുകയാണ് അല്ലെങ്കിൽ അവര് കുട്ടികളുമായിട്ട് ചേർച്ച ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതൊക്കെ ആരാണ് അതാണ് ഹൈപ്പോത്തിസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇത് പ്രൂവ് ചെയ്താല് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസ് ആയി അത് പ്രൂവ് ചെയ്ത് നിങ്ങൾ പോയി എന്നുള്ളത് അപ്പൊ ഈ ഒരു നാല് ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത് എനിക്ക് തോന്നുന്നു സാധാരണ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെ റെക്കോർഡ് ചെയ്യാറുണ്ട് അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും നിങ്ങൾക്ക് പിന്നീട് അത് കേൾക്കാമല്ലോ the next types of research types of റിസർച്ചില് first descriptive versus analytical research Descriptive research includes surveys and fact-finding enquiries of different kinds. നമ്മൾ എന്തൊക്കെയോ ഫാക്ട് ഫൈൻഡ് ചെയ്യാണ് മുന്നോട്ട് നോക്കാം in social science and business research we quite often use the term ex post facto research descriptive റിസർച്ചിന് ഒരു പേര് കൂടിയാണ് അത് ബിസിനസ് റിസർച്ചിലും സയൻസ് സോഷ്യൽ സയൻസിലും അതിന് പറയുന്ന പേര് ex post facto research ex post facto research ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് റിസർച്ചും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് എസ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഒരു മൂന്നാമത്തെ നാലാമത്തെ ഒരു ബുക്കിൽ ഈ എസ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ഒരു യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതെന്താണെന്ന് പറയാം ഇത് main characteristics of this method is that the researcher has no control over the variables descriptive റിസർച്ചിൽ റിസർച്ചറിന് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ വേരിയബിൾ ആകാം ഞാൻ മാസത്തിൽ നാല് തവണ കല്യാൺ സിൽക്സിൽ പോകും എനിക്ക് ഇഷ്ടംപോലെ സാരി ഞാൻ വാങ്ങിക്കൊണ്ടുവരും നിങ്ങളാണ് റിസർച്ചർ നിങ്ങൾ നോക്കുന്നുണ്ട് ഞാൻ പോകുന്നുണ്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു ആ ലൊക്കാലിറ്റിയിലുള്ള എട്ട് പത്ത് പേരുണ്ട് ഞങ്ങൾ എപ്പോഴും പോകും ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾ പോകാന്നുള്ളത് നിങ്ങൾക്ക് റിസർച്ചറായ നിങ്ങൾക്ക് അത് നോക്കാം ഇവർ എത്ര പ്രാവശ്യം പോകുന്നുണ്ട് എത്ര എമൗണ്ടിന് വാങ്ങുന്നുണ്ടെന്ന് പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യാൻ വന്നാൽ ഞാൻ ചോദിക്കും ഞാൻ അധ്വാനിച്ച കാശ് ഞാൻ പോകുന്നു നിങ്ങൾക്ക് എന്ത് അധികാരം അതായത് റിസർച്ചറിന് യാതൊരു കാരണവശാലും വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല okay then next analytical research. Analytical research, on the other hand, the researcher has to use facts or, facts or information already available and analyze these to make a critical evaluation of the material. For example, we can check our panchayat received a certain amount as flood relief fund. Was the full amount used or not നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞ വർഷം ഫ്ലഡിന് കുറെ എമൗണ്ട് കിട്ടി നമുക്കറിയണം നമ്മുടെ റിസർച്ചിനാണ് നമുക്കറിയണം ഇവരിത് മുഴുവൻ യൂസ് ചെയ്തോ അതോ അവരിത് മുക്കിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി അവിടെ പോയി കണക്കുകളൊക്കെ എടുത്തു ആർക്കൊക്കെ കൊടുത്തു ഇത് കൊടുത്തതൊക്കെ അർഹതപ്പെട്ടവർക്കാണോ എത്ര കൊടുത്തു എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഇത്രമാത്രം അഴിമതി നടന്നു അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ഇങ്ങനെ ഞാനൊരു സൈക്കോളജിസ്റ്റ് മാത്രമാണ് ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല എക്സാമ്പിൾ ദെൻ എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കും മനസ്സിലായിട്ടുണ്ടാവുന്നു then next applied versus fundamental research applied research aims at finding a solution for an immediate problem facing a society or an industrial or business organization. Applied എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മള് തലകുത്തി നിന്ന് നോക്കുകയാണ് കൊറോണയ്ക്ക് എന്ത് വാക്സിനേഷൻ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ എന്ത് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആണ് സൊസൈറ്റി ഫേസ് ചെയ്യുന്നത് അതേപോലെ ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനാണെങ്കിലും ഇനി ഒരു ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനാണെങ്കിലും എന്ത് സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിന് ആൻസർ വേണം that one is fundamental research fundamental research is mainly concerned with generalisations and with the formulation of a theory ഒരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റിസർച്ച് ഉള്ളത് for example a study assessing in the middle age whether men or women are more likely to suffer from depression. Middle ഏജിൽ എക്സാമ്പിൾ ആണ് കേട്ടോ മിഡിൽ ഏജിൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഡിപ്രഷൻ കൂടുതൽ ഇത് സർവേ ചെയ്ത് അല്ലെ ഇന്റർവ്യൂ ചെയ്ത് കണ്ടെത്തിയിട്ട് നമ്മളൊരു തിയറി ഫോം ചെയ്യുകയാണ് റിസർച്ചിൽ ഒരു തിയറി എഴുതി ഉണ്ടാക്കുകയാണ് അപ്പം ഇത് തിയറി എഴുതി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല അത് പി എച്ച് ഡി സ്കോളേഴ്സ് ഒക്കെ ആവും എങ്കിലും ഇതിനകത്ത് ഇവർ ചെയ്യുന്നത് ഇതാണ് the next qualitative versus quantitative research quantitative research is based on the measurement of quantity or amount എത്രമാത്രം അതിന് എക്സാമ്പിള് മാത്രം ആൾക്കാരെ കൊറോണ ബാധിച്ചു ഒരു സർവേ നടത്തി ക്വാണ്ടിറ്റി നോക്കുകയാണ് ലോകത്ത് മാത്രം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതിന്റെ ഒരു ക്വാണ്ടിറ്റി ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ finding are not arrived by statistical or other quantitative procedures എന്നാണ് അത് നമുക്ക് ക്വാണ്ടിറ്റി കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ നമുക്ക് നമുക്കതിന്റെ ഒരു ക്വാളിറ്റി ആണ് കണ്ടത് its goal is to understand behaviour in the natural setting and it is open set to be naturalistic naturalistic എന്നും കൂടി ഒന്ന് പറയുന്നുണ്ട് നമ്മൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയറിലാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ഇവരുടെ ബിഹേവിയർ ആയി എന്നുള്ളത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ ജോളി എന്തുകൊണ്ട് ജോളിക്ക് ഇങ്ങനെ ഒരു ബിഹേവിയർ വന്നു antisocial behaviour personality antisocial personality disorder ജോലിക്ക് ഉണ്ട് നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടത്തായി ജോലി അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബിഹേവിയർ വന്നു അതിന്റെ റൂട്ട് അവർ ജനിച്ചപ്പം അല്ലെങ്കിൽ അവരുടെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പം മുതലുള്ളത് നമ്മൾ ഇങ്ങോട്ട് നോക്കി നോക്കി നോക്കി കൊണ്ടുവന്നിട്ട് അവസാനം നമ്മൾ കണ്ടെത്തുകയാണ് ഇവരിൽ ഇതുകൊണ്ടാണ് ഇവരുടെ സാഹ ഒന്നുകിൽ ഇവരുടെ സാഹചര്യമാണ് ഇവരെ ഈ രീതിയിലാക്കിയത് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു അതുണ്ടായിരുന്നു അതിൽ നിന്ന് സാഹചര്യം കൂടി അനുകൂലമായപ്പോൾ ഇവരിങ്ങനെ ആയി എന്നുള്ളത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അഞ്ചാം പാതിര പിന്നെ പഴയ മലയാളം മൂവി ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് ഇതിനൊക്കെ ഒരു മോട്ടിവേഷണൽ റിസർച്ച് ആണ് നമ്മൾ പോകുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വളരെ ഡെപ്ത് ആയിട്ട് പോയിട്ട് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു റിസർച്ച് അപ്പൊ ഈ ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഇനി നമ്മുടെ പ്രോജക്റ്റീവ് ടെക്നീസ് പ്രോജക്റ്റീവ് ടെക്നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് സിഗ്മൺ ഫ്രോയിഡിന്റെ ആണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ സിഗ്മൺ ഫ്രോയിഡ് പറയുന്ന പ്രൊജക്റ്റീവ് ടെക്നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു മനുഷ്യന്റെ ഇന്നർ ഫീലിങ്സ് ഇന്നർ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ techniques are devices by which the subject is prompted to reveal his unconscious behaviour or inner feelings through imaginative productions എന്നാണ് അവരുടെ ഇന്നർ ഫീലിങ്സിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും ക്ലാസ്സിലാണെങ്കിൽ എക്സാമ്പിൾ പറയാറുണ്ട് ഞാൻ ജനലിന്റെ ഒക്കെ അടുത്ത് പോയി നിന്ന് സവകാശം മൂടിയൊക്കെ മുന്നോട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ് ഞാൻ എന്താണ് നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ക്ലാസ്സിലാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ മറുപടി പറയും ആ ടീച്ചർ എന്തോ നോക്കി എന്ത് നോക്കി നിൽക്കാന്ന് വെച്ചാൽ ചിലർ പറയും കാമുകനെ നോക്കി നിൽക്കുകയാണ് ചിലർ പറയും പഴയ കാര്യങ്ങൾ എന്തോർത്തോ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഒരു വെറൈറ്റീസ് ഓഫ് ആൻസർ ആണ് വരുന്നത് അതായത് നമ്മുടെ ഇന്ന ഫീലിങ്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലാതെ ഒരാൾ പറഞ്ഞ ആൻസർ ആയിരിക്കില്ല മറ്റൊരാൾ പറയുന്നത് ഓക്കെ അതില് പ്രോജക്റ്റീവ് ടെക്നിക്സ് കുറെ എണ്ണമുണ്ട് Rorschach's ink blot test Rorschach's ink blot test എന്ന് പറഞ്ഞാൽ നമ്മളൊരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അതിന്റെ നടുക്ക് നമ്മൾ മഷി ഒഴിച്ച് വെച്ച് അത് രണ്ടായി മടക്കിയാൽ എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിഗർ ഉണ്ടാവും അതേപോലത്തെ ഫിഗർ ഉള്ള ഒരു റോഷ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളൊന്ന് നെറ്റിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് റോഷ ബ്ലോഡ് ടെസ്റ്റ് കിട്ടും കുറേ പിക്ചേഴ്സ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പിക്ചർ കാണിച്ചിട്ട് ഇത് നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ഓരോരുത്തരും അവരുടെ ഇന്നർ ഫീലിങ്സിനനുസരിച്ചുള്ള മറുപടികളായിരിക്കും പറയുന്നത് അവർ കാണുന്നതേ പറയുള്ളൂ ഒരു വ്യക്തി കാണുന്നതായിരിക്കില്ല മറ്റൊരു വ്യക്തി കാണുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് അതിനകത്ത് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ആ പിക്ചറിനനുസരിച്ചുള്ള പിക്ചർ കാണിച്ചിട്ട് പിക്ചർ മീൻസ് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറുകളായിരിക്കും കൊടുത്തിരിക്കുന്നത് ആ പിക്ചർ കാണിച്ചു അവരോട് പറയും ഇതിനനുസരിച്ചുള്ള മറുപടി പറയാൻ അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്താ പറയാ അവനവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ പറയുകയുള്ളൂ ദെൻ ചിൽഡ്രൻസ് അപ്രീസിയേഷൻ ടെസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി മാത്രമാക്കി ഉണ്ടാക്കിയിട്ടുള്ള കുറെ കാർഡുകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പേഴ്സണാലിറ്റിയുടെ കേട്ടോ ഞാനിത് എന്റെ റിസർച്ച് ഇതിനു വേണ്ടി മാത്രം പറയാണ് ദെൻ പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് ഉണ്ട് അതും ഒരു പത്തെണ്ണം ഉണ്ട് ഒരു അമ്മയും മോനും അല്ലെങ്കിൽ അമ്മയും മോളും അങ്ങനെ ആ രീതിയിലുള്ള കുറെ പിക്ചറുകൾ കുടുംബത്തിനകത്തുള്ള കുറെ പിക്ചറുകൾ കാണിച്ചിട്ട് അതിന്റെ പറയുക ഇതിൽ sense sentence completion test sentence completion test വന്നിട്ട് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണ് ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ് ഒരു സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക ഒരാളുടേതും ഒരാളുടെ പോലെ ആയിരിക്കില്ല അതാണ് അതിന്റെ വ്യത്യാസം then word association test word association test എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു വേർഡ് പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞപ്പം Rorschach ink blot test first set then second one is thematic apperception test Rorschach's ink blot test just ഒന്ന് നോക്കുക കേട്ടോ അതിനകത്തെ ഇത് പറയും മറ്റത് പറഞ്ഞു വരുമ്പോഴത്തേക്കും പറഞ്ഞാ പോരെ ഇനി ഏതാണ് റിസർച്ച് മെത്തഡോളജി വരുമ്പോ അല്ലെ അതിനകത്ത് എത്തട്ടെ ഞാനൊന്ന് then picture situation index, then sentence completion. You will get the sentence, then you have to complete the sentence. The next word association test. Word association test, uh, I'm introducing the word like a mother. Then you are giving another uh, the sentence completion. Mother എന്ന് പറയുമ്പോൾ ക്രൂവൽ ദെൻ സിമ്പിൾ ലവിങ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു ആ ഒരു മദർ എന്ന വേർഡിനെ അപ്പൊ അതിൽ നിന്നും അവരുടെ inner feelings what about their inner feelings we can understand then story telling or story completion test story telling story പറഞ്ഞ് ഹാഫിൽ നമ്മൾ ഉള്ളത് നിർത്തുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു ദെൻ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു അങ്ങനെയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ പ്രൊജക്റ്റീവ് ടെക്നിക്സിന് conceptual versus empirical research Conceptual research is that related to some abstract ideas or theory. It is generally used to philosophers and thinkers to develop new concepts or reinterrupt existing ones. പുതിയൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സാധാരണ ഉപയോഗിക്കുന്നത് റിസർച്ചേഴ്സും ഫിലോസഫേഴ്സും തിങ്കേഴ്സും ആണ് for example of the conceptual researchers sir Isaac Newton I observed his surroundings too. I know that after that he made the gravitation and motivation theory. Then empirical research are studies based on the actual and objective observation on experimentation. Pharma pharmaceutical companies പലപ്പോഴും എംപിരിക്കൽ റിസർച്ച് നടത്താറുണ്ട് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുത്തിട്ട് കൺട്രോൾ ഗ്രൂപ്പ്സിന് കൊടുത്തിട്ടും ഇവർ നോക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇത് നല്ലതാണോ അല്ലയോ എന്ന് നോക്കുന്നത് ഓക്കെ ഞാനിനി റിസർച്ചിലേക്ക് കടന്നോട്ടെ റിസർച്ച് നിങ്ങൾ ആരെങ്കിലും ഒരാൾ റിപ്ലൈ ചെയ്യാണ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കേൾക്കാൻ മാം ക്ലാസ് നിങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫസ്റ്റ് ബുക്കിലേക്ക് ഫസ്റ്റ് ബുക്ക് കേട്ടോ ഫസ്റ്റ് ബുക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് first book page number twelve steps in research process steps in research process first ബുക്കില് ഞാൻ നോക്ക് ഞാൻ എടുക്കുന്ന ബുക്ക് റിസർച്ച് മെത്തഡോളജിയുടെ ഒരു ബുക്കാണ് എടുത്തിരിക്കുന്നത് സി ആർ കോത്താരിയുടെ ബുക്കിൽ നോക്കിയിട്ടാണ് ഞാൻ സാധാരണ ക്ലാസ് എടുക്കാറ് മീൻസ് അത് നോക്കിയിട്ടാണ് നിങ്ങളുടെ ബുക്കിനകത്ത് പേജ് നമ്പർ ട്വൽവ് ഓക്കെ ഒരാളെങ്കിലും റിപ്ലൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുകയാണെന്ന് okay first one is formulating the problem first step റിസർച്ചില് first step formulating the problem first നമ്മൾ പോയിട്ട് ഒരു പ്രോബ്ലം കണ്ടെത്തുകയാണ് നമുക്ക് പ്രോബ്ലം ആരും തരികയല്ല നമ്മൾ പോയി ഒരു പ്രോബ്ലം കണ്ടെത്തുകയാണ് ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം കണ്ടെത്താൻ പോവാണ് ആ പ്രോബ്ലം എന്ത് വേണമെങ്കിലും ആകാം നമുക്കിപ്പോ എന്തുകൊണ്ട് കൊറോണ നമുക്ക് വിടാം വേറെ എന്തെങ്കിലും എടുക്കാം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുറെ ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ട് പർട്ടിക്കുലർ ഏരിയയിൽ ആ ഏരിയ നിങ്ങൾക്കറിയാവുന്ന പോലെ നമുക്ക് എറണാകുളം കലൂര് തന്നെ എടുക്കാം കലൂര് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആശ്വാസം നമുക്കറിയാം ഒരു വില്ലേജില് മൊത്തത്തിൽ ആൾക്കാർക്ക് ഡിപ്രഷൻ വന്നു അപ്പൊ ഏരിയയിൽ എന്തുകൊണ്ട് ഡിപ്രഷൻ വന്നു അല്ലെങ്കിൽ ഒരു ഫാമിലിയിലാണെങ്കിൽ നമുക്ക് പറയാം അത് ഹെറിഡിറ്ററി ആണെന്ന് പറയാം ഓക്കെ ഒരു ഏരിയയിലെ ഡിപ്രഷൻ നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോവാം അപ്പൊ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു അവിടെ ഈ ഏരിയയിൽ എല്ലാവരും വർക്കിംഗ് ആണ് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇമാജിൻ അവരെല്ലാവരും working in I T field then they all have depression അതാണ് നമ്മുടെ പ്രോബ്ലം ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ട് സോ അതുപോലെ തന്നെ അവരെല്ലാം ആണ് നമ്മളൊരു പ്രോബ്ലം കണ്ടെത്തി ഓക്കെ ദെൻ പ്രോബ്ലം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണ് ഈ ഡിപ്രഷനും അഗ്രഷനും ആൻഗ്രിയും ഒക്കെ ഇതിന് മുമ്പ് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം the second step is extensive literature survey for background study first be introduced formulating the research problem then second one is extensive literature survey or background study ഇതിനു മുമ്പ് ഈ സ്റ്റഡീസ് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പൊ നമ്മൾ നോക്കുകയാണ് നെറ്റിൽ കയറി ഗൂഗിളിൽ സെർച്ച് ചെയ്തു നമ്മളുടെ പ്രോബ്ലം ഇട്ടു depression aggression and anxiety or anger ആർക്ക് ഐ ടി ഫീൽഡിലുള്ളവർക്ക് അപ്പൊ നമ്മളിത് ഗൂഗിളിൽ കയറി അടിച്ചു സൈക്കോളജി തീസിസ് അടിച്ചു അപ്പൊ നമുക്ക് കിട്ടി ഓ ഇതിനു മുമ്പ് വേറെയുണ്ട് പലർക്കും അപ്പൊ നമ്മൾ ആ ആ ഒരു കുറേ എണ്ണം കുറെ പേര് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മളിതെല്ലാം എടുത്തിട്ട് നമ്മളിതെല്ലാം എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ ടേബിൾ വെച്ച് നമ്മൾ വായിച്ച് നോക്കി വായിച്ചൊക്കെ പഠിച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ next step development of working hypothesis നമ്മളൊരു ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുകയാണ് ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുമ്പം നമ്മൾ തന്നെയാണ് we are making the hypothesis because the reason is that their, their overload, work overload, then pressure ഇതൊക്കെ ആയിരിക്കാം ഇതിന്റെ റീസൺ നമ്മൾ ആ റീസൺ ഒരു മൂന്നാലെണ്ണം എഴുതി വെച്ചു നമ്മൾ തന്നെയാണ് എഴുതി വെക്കുന്നത് ഇതൊക്കെ ആയിരിക്കാം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ ഇതൊക്കെ ആയിരിക്കാം എന്ന് കരുതി നമ്മൾ ഇതൊക്കെ എഴുതി വെക്കുകയാണ് then next step preparing the research design research നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കണം എങ്ങനെയാണ് ഒരുപാട് റിസർച്ച് ഡിസൈൻസ് ഉണ്ട് for example experimental non experimental hypothesis then experimental designs experimental designs നമ്മൾ ആദ്യമേ ചെന്നിവരെ കാണുകയാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈലറ്റ് സ്റ്റഡി നമ്മൾ പോയി നോക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ ഈ ഹൈപ്പോത്തിസ് ഉപയോഗിച്ച് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പൈലറ്റ് സ്റ്റഡി നടത്തുന്നു ഇനി അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഗ്രൂപ്പ് എടുക്കുന്നു ഒരു എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് എടുക്കുന്നു ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റിസർച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും ഈ റിസർച്ച് ഡിസൈനിന് തന്നെ there are many steps to research design അങ്ങനെയാണെങ്കിൽ റിസർച്ച് ഡിസൈന് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് റിസർച്ച് ഡിസൈനിന് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കണം ഫസ്റ്റ് വേരിയബിൾ മീൻസ് ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ തന്നെ വേരിയബിൾ ആകാമെന്ന് അതുപോലെ തന്നെ the concept which can take on different quantitative values is called variable for example weight height income ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് വേരിയബിളിന്റെ ഇനി ഈ വേരിയബിള് നമുക്ക് അത് കണ്ടിന്യൂസ് വേരിയബിൾ ആവാം അല്ലെങ്കിൽ അത് നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ age is an example of continuous variable but the number of children is an example of non continuous variable then next if one variable depends upon or is a consequences of the other variable it is termed as a dependent variable പറയണോ അമ്മായിമ്മയും മരുമകളും തമ്മിൽ വഴക്ക് കൂടുന്നു മോൾ എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ മാറി നിന്നിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ മോള് വഴക്കുണ്ടാക്കുന്നത് അപ്പൊ ഡിപ്പെൻഡന്റ് ഉണ്ട് ഇൻഡിപെൻഡന്റും ഉണ്ട് അതിനകത്ത് okay the next one is the variable that is antecedent to the dependent variable is termed as independent variable അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ നിപ്പുണ്ട് ഒരാള് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫിഗർ അവിടെയുണ്ട് അമ്മയുണ്ട് അമ്മായിമ്മയുണ്ട് അപ്പൊ മോള് എപ്പോഴും വഴക്ക് കൂടുന്നതിനാ മോള് ഹസ്ബൻഡിനോട് വഴക്ക് കൂടുന്നത് അവിടുന്ന് കിട്ടി എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് വഴക്ക് കൂടുന്നത് അപ്പൊ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ ദ നെക്സ്റ്റ് വൺ ഇസ് ഇത് റിസർച്ച് ഡിസൈനിനകത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കണം അത് എങ്ങനെ വേണമെങ്കിലും ആവാം കണ്ടിന്യൂസ് വേരിയബിൾ ആവാം നോൺ കണ്ടിന്യൂസ് വേരിയബിൾ ആവാം ഏതും ആകാം next one is extraneous variable ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ് independent variable that are not related to the purpose of the study but may affect the dependent variable are termed as extraneous variable നമ്മുടെ സ്റ്റഡിക്ക് നമ്മൾ എടുക്കാത്ത ഒരു ഒന്നുണ്ട് പക്ഷെ ആ സബ്ജക്റ്റ് അത് നമ്മുടെ സബ്ജക്റ്റിനെ ഇടയ്ക്കിടയ്ക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് നമുക്ക് ഇതേ എക്സാമ്പിൾ തന്നെ എടുക്കാം രണ്ടു പേര് ഞാൻ കൗൺസിലർ ആണ് കേട്ടോ പറഞ്ഞില്ലെന്നേ ഉള്ളൂ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് കൗൺസിലറാണ് എന്റെ അടുത്ത് ഒരു family that means husband wife വന്നു അവരുടെ പ്രോബ്ലം അവരുടെ കുട്ടികളും അവരുമായിട്ടാണ് പ്രോബ്ലം പക്ഷെ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ നിൽക്കുന്നുണ്ട് അത് മദർ ലോ ആണ് മാറ്റാൻ പറ്റില്ലാത്ത ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതേ സമയത്ത് ഇവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാം പക്ഷെ എക്സ്ട്രേനിയസ് വേരിയബിൾ പുറത്തുനിന്നൊന്ന് മാറ്റാൻ പറ്റില്ല അതിന്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് okay then next one is the term controller one important characteristics of good research design is to minimize the influence of effect of extraneous variable. The technical term control is used when we design the study minimizing the effects of extraneous independent variable. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിള് അവിടെ നിൽക്കുന്ന അതായത് നമ്മളിപ്പോ നിർത്തിയിരിക്കുന്നത് മദറിൻ ലോയാണ് ഈ മദറിൻ ലോയെ നമ്മൾ അവരുടെ ഇൻഫ്ലുവൻസ് വരാതെ മാറ്റി നിർത്തുന്നതിനെയാണ് the technical term used for that is control. The next one is the confounded relationship. when the dependent variable is not free from the influence of extraneous variable, the relationship between the dependent and independent variable is said to be confounded by an extraneous variable. ഒരു തരത്തിലും മാറ്റി നിർത്താൻ പറ്റില്ല അത് ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ ഫാമിലിയിൽ ഇതിങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നതാണ് അപ്പം ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റാത്തതിനെ പറയുന്നതാണ് കൺഫൗണ്ടഡ് വേരിയബിൾ ദെൻ റിസർച്ച് ഡിസൈനിലെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ് നമ്മളൊരു അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡന്റും രണ്ട് ഡിപെൻഡന്റും ആയിട്ടുള്ള വേരിയബിൾ ഉണ്ടായിരിക്കണം ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുമ്പോൾ ഹൈപ്പോത്തിസ് എന്ന് പറഞ്ഞാൽ ടെൻറ്റേറ്റീവ് ആണ് നമ്മളിപ്പോൾ ഇവരെ എടുത്തപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും അവിടെ എത്ര പേരുണ്ടെന്ന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവരുണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു okay then experimental and non experimental testing research experimental research വേണമെങ്കിലും നടത്താം നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് വേണമെങ്കിലും നടത്താം experimental hypothesis testing research research in which a independent variable is not manipulated is called non-experimental hypothesis testing research രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം നമുക്ക് വരെ നമ്മൾ എടുത്തിരിക്കുന്നവരെ ആ എക്സാമ്പിൾ വിട്ട് വേറെ എക്സാമ്പിൾ എടുക്കുകയാണ് എന്നിട്ട് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും നോൺ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ആയിട്ട് ഒന്നെനിക്ക് നിങ്ങളിൽ in front of me hundred പേരെങ്കിലും ഉണ്ടാവും അതില് അമ്പത് പേരെ ഞാൻ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പാണ് എന്റെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ പ്രൂവ് ചെയ്യാണ് ആ ഈ എക്സ്പെരിമെന്റ് എൻ്റെത് വിജയിച്ചു ഇവർക്ക് ഞാൻ ഇങ്ങനെയുള്ള എന്ത് കൊടുത്തപ്പോഴാണ് ബിഹേവിയർ തെറാപ്പികൾ കൊടുത്തപ്പോൾ ഇവരിലെ ബിഹേവിയറെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി അടുത്തൊരു ഗ്രൂപ്പ് എക്സ്പെരിമെന്റിൽ അല്ലാതെ നിൽപ്പുണ്ട് അവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്തത് ഞാൻ ഇവിടെയും അപ്ലൈ ചെയ്യാം എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ട് നോൺ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ട് സെയിം അതേപോലെ തന്നെ നമ്മളിപ്പോ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ കൺ നെക്സ്റ്റ് സ്റ്റെപ്പാണ് experimental and control group control ഗ്രൂപ്പിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അമ്പത് കുട്ടികളെ നിങ്ങളിൽ നിന്ന് തന്നെ അമ്പത് കുട്ടികളെ എടുത്തു എന്നിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി to develop your personality I gave some therapies for you continuously I am giving the therapies for two months എന്നിട്ടോ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ നിങ്ങളെ മാറ്റാൻ പറ്റി അതേ മറ്റൊരു ഗ്രൂപ്പിനെ അവിടെ വെറുതെ നിർത്തിയിട്ടുണ്ട് ടു കമ്പയർ നിങ്ങളും അവരും തമ്മിൽ എങ്ങനെ എനിക്ക് വ്യത്യാസപ്പെടുത്തി എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം ഈ സൈക്കോളജി എല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്ന സൈക്കോളജി സ്റ്റുഡൻസിനെ രണ്ടായി വിഭജിച്ചിട്ട് ഒരാ ഒരു കൂട്ടരെ ഞാൻ എടുത്തു എൻ്റെ ഗ്രൂപ്പായിട്ട് അവർക്ക് ഞാൻ എല്ലാ തെറാപ്പീസും കൊടുത്തു എന്നിട്ട് അവരെ മാറ്റിയെടുത്തു അതേസമയത്ത് മറ്റൊരു ഗ്രൂപ്പിനെ അവിടെ വെറുതെ വിട്ടിട്ടുണ്ട് അവർക്കൊന്നും അവര് അവരിലൊരു ചേഞ്ചസും വന്നിട്ടില്ല തെറാപ്പീസ് ഒന്നും കൊടുത്തിട്ടില്ല അതേ സമയത്ത് experimental and non experimental hypothesis testing ചെയ്തപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിനും അത് തന്നെ അപ്ലൈ ചെയ്തിരുന്നു ദെൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് you are changing your behaviour then it is called treatments technical term treatments then one more word is the experiment ninth word ആണ് experiment experiment means the ഞാനൊരു പുതിയ മെഡിസിൻ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ എടുക്കാം ഡെവലപ്ഡ് ഡ്രഗ് അത് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ എങ്ങനെ ഇത് അല്ലെങ്കിൽ ഹ്യൂമൺ ബീയിങ് ആണെങ്കിൽ ഈ ഡ്രഗ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങളിൽ മൂന്ന് പേരെ ഉള്ള മൂന്ന് പേരെ ഞാൻ എടുത്തു എന്നിട്ട് മൂന്ന് പേരിലും അപ്ലൈ ചെയ്ത് നോക്കും മൂന്ന് തരത്തിലുള്ള മരുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ ഏതാണ് effective which one is more effective എന്നിട്ട് അതിൽ ആർക്കാണോ രോഗം കുറഞ്ഞു വരുന്നത് അപ്പൊ മനസ്സിലായി ഒരേപോലെയുള്ള മൂന്ന് പേരെ എടുത്തിട്ട് ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇതാണ് എക്സ്പെരിമെന്റ് അപ്പൊ അതുപോലെ തന്നെ ഞാനൊരു തെറാപ്പി ചെയ്യുകയാണെങ്കിൽ ഈ ബൈപ്പോളാറിന് ഈ തെറാപ്പി അവരെ സോഷ്യലൈസ് ചെയ്യാനും അവരെ മാറ്റാനും ഇന്റർപേഴ്സണൽ ഒക്കെ ചെയ്ത് അവരെ ഞാനൊരു മ്യൂസിക് തെറാപ്പിയും ഇന്റർപേഴ്സണൽ ഒക്കെ ചെയ്ത് ഇവരെ ഇതിലൂടെ ഇവർക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു അപ്പം ഇതാണ് കൂടുതൽ applicable more applicable is this one എന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു the next one is experimental units പല ട്രീറ്റ്മെന്റ്സ് നടത്തുന്നു പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് ടെക്നിക്കൽ വേർഡാണ് experimental units research design question for essay question then first first one is dependent and independent variable second astronomers variable പുറത്തുനിന്ന് ഒരാള് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നിൽക്കുകയാണ് എസ്ട്രോണിയസ് വേരിയബിൾ ഈ extraneous variable then third one is control then fourth one is confounded relationship fifth research hypothesis sixth experimental and non experimental research hypothesis testing research next experimental and control groups treatments next experiment next experimental units next Sixth point, determining the sampling design. Determining the sampling design നമുക്ക് സാമ്പിൾ കണ്ടെത്തണ്ടേ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സാമ്പിൾ കണ്ടെത്തണം ആ സാമ്പിളിങ് എങ്ങനെയൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് first one sampling it is also known as purposive or non probability sampling ഇനിയും അതിനൊരു പേര് ഉണ്ട് കൺവീനിയൻസ് സാമ്പിളിംഗ് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ സാമ്പിള് കണ്ടെത്തുന്നതാണ് ഡെലിബറേറ്റ് സാമ്പിളിംഗ് മാം അപ്പം മൈക്ക് ഓഫ് ഓൺ ചെയ്ത് ചിലരൊന്ന് ഓഫ് ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് അറിയില്ല ഇവിടെ ഒറ്റയ്ക്കാണല്ലോ മക്കളെ ഇരിക്കുന്നത് ഒരു ഒരു ബി പറഞ്ഞ ആരോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മ്യൂട്ട് ചെയ്താൽ മതി ആ ശരി ഇപ്പൊ ശരിയായി ശരി അപ്പൊ എന്നിട്ട് പറയാം deliberate sampling it's also called purposive or non probability sampling അല്ലെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ് നമ്മളൊരു യൂണിവേഴ്സിൽ എക്സാമ്പിള് എടുക്കാം വളരെ എളുപ്പം എടുക്കാം കൊറോണ മുഴുവൻ യൂണിവേഴ്സിലുണ്ട് അതിന് നമ്മൾ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ ലൊക്കാലിറ്റിയിലുള്ള ഒരു പത്ത് പേരെ എടുത്ത് നോക്കിയാൽ പോലും അല്ലെങ്കിൽ ഒരു നൂറ് പേരെ എടുത്താൽ പോലും നമുക്ക് ഓൾ വേൾഡിനുള്ളത് കിട്ടി എക്സാമ്പിൾ മനസ്സിലായി കാണും ഇപ്പൊ പെട്ടെന്ന് തന്നെ അപ്പൊ അത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് എടുത്താൽ നമ്മൾ വേറെ അമേരിക്കയിൽ ഇത്രയും മരിച്ചതൊന്നും പോയി നോക്കിയില്ല നമ്മൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് തന്നെ എന്താണ് അതിന്റെ സിംറ്റംസ് എന്താണ് എങ്ങനെയെന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു അപ്പൊ എന്തായി കൺവീനിയൻസ് സാമ്പിളിംഗ് ആയി അതിന് തന്നെ പറയുന്ന പേരാണ് deliberate sampling next one is ഈ ഒരു ക്വസ്റ്റ്യൻ സാമ്പിളിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഈ സ്റ്റെപ്സിനകത്ത് വരുന്നതാണിത് പക്ഷെ സാമ്പിളിംഗ് ഒറ്റയ്ക്ക് എസ് എ ക്വസ്റ്റ്യൻ ആണ് ഞാൻ സ്റ്റെപ്സ് എടുത്തതിൽ ഫസ്റ്റ് സ്റ്റെപ്സ് റിസർച്ചിന്റെ സ്റ്റെപ്സ് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് രണ്ട് റിസർച്ച് ഡിസൈൻ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് മൂന്ന് സാമ്പിൾ ഡിസൈനിങ് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് അതിന്റെ ഫസ്റ്റ് ആണ് deliberate sampling second simple random sampling example ഒരു പതിനയ്യായിരം ആൾക്കാർ താമസിക്കുന്ന ഒരിടത്ത് ചെന്നിട്ട് നമുക്ക് സാമ്പിൾ എടുക്കണം നമ്മൾ അതിൽ നിന്ന് സിം സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് അതിൽ നിന്നൊരു മുന്നൂറ് പേരെ സെലക്ട് ചെയ്തെടുക്കണം നമ്മൾ തന്നെയാണ് പോയിട്ട് നോക്കുന്നത് ഒരു കുറച്ച് ദൂരെ ദൂരെയുള്ളവരെ ഇങ്ങനെ എടുത്ത പതിനയ്യായിരം പേര് താമസിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ പതിനയ്യായിരം ആൾക്കാരിൽ നിന്ന് മുന്നൂറ് പേരെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് അതിനാണ് simple random sampling then systematic sampling. Third one systematic sampling means the uh, every 15th name of the list. അല്ലെങ്കിൽ every tenth house of one side of the street അല്ലെങ്കിൽ എവരി കേത്ത് നമ്പർ കെ എന്ന് പറഞ്ഞാൽ പത്താമത്തെ അല്ലെ അങ്ങനെ നമ്മൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്യാറുണ്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചെയ്യാറുണ്ട് one two three four five എന്ന് പറഞ്ഞ ഫൈവ് അഞ്ചാമത്തെ ആൾ എണീറ്റ് നിൽക്കുക ദെൻ അടുത്ത അഞ്ചാമത്തെ ആൾ എണീറ്റ് നിൽക്കുക ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് then cluster sampling or area sampling എന്നൊക്കെ പറയാം cluster sampling cluster sampling school teachers ഉണ്ടെങ്കിൽ അറിയാം നമ്മള് ക്ലസ്റ്റർ മീറ്റിങ്ങിന് പോവാണെന്ന് പറയും സെക്കൻഡ് സാറ്റർഡേ ക്ലസ്റ്റർ മീറ്റിംഗ് ഉണ്ടെന്ന് പറയും ഈ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഫോർ എക്സാമ്പിള് ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചേഴ്സ് ഞാൻ പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് പറയാം ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചേഴ്സിൽ നിന്ന് ഓരോ സ്കൂളിൽ നിന്നും പേരെ ഹൈസ്കൂളിൽ നിന്ന് ഓരോ സ്കൂളിൽ നിന്നും രണ്ട് മെമ്പേഴ്സിനെ വിട്ടു എങ്ങോട്ട് വിട്ടു ഡിസ്ട്രിക്റ്റിലേക്ക് വിട്ടു ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇവരിൽ നിന്ന് ഓരോ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ് സ്കൂൾ ഉണ്ടെങ്കിൽ നാനൂറ് ടീച്ചേഴ്സ് വന്നു അതിൽ നിന്ന് ഒരു നാല് പേരെ തെരഞ്ഞെടുത്തു ഈ നാലു പേരില് നാലു പേരെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പതിനാല് നിന്നും കൂടെ നാല് നാല് പേര് വേദം ഓൾ കേരള ലെവലിലെത്തി അവിടുന്നും ഇവരൊക്കെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോവാണ് ഇവർ മാത്രമാണ് പിന്നെ പോകുന്നത് ഈ നാല് പേരാണ് പാലക്കാടിനെ റെപ്രസെന്റ് ചെയ്തു പോയത് അപ്പൊ ഈ പാലക്കാടിനെ റെപ്രസെന്റ് ചെയ്തു പോയ നാല് റിസോഴ്സ് പേഴ്സൺ ആണ് പിന്നെ വന്നിട്ട് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് വന്നിട്ട് എങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നിട്ട് ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനുള്ളത് ബാക്കി ഇരുന്നൂറ് പേർക്ക് ക്ലാസ് കൊടുക്കാൻ അങ്ങനെയുള്ള ക്ലസ്റ്റർ ആയിട്ടുള്ളത് ഹൈറാക്കിക്ക് ഓർഡർ എന്ന് നമുക്ക് വേണേൽ പറയാം താഴെ ഒരുപാട് ആൾക്കാരുണ്ട് ഹൈറാക്കി ഓർഡർ പറയുമ്പോഴാണ് അബ്രഹാം മാസ്ലോവിന്റെ ഹൈറാക്കി ഓഫ് നീഡ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കണം താഴെ കുറെ ആൾക്കാരുണ്ട് അതിന്റെ മുകളിൽ ഇപ്പൊ ഈ ക്രിസ്ത്യൻസിനാണെങ്കിൽ നമുക്കറിയാം കുറെ സമൂഹമുണ്ട് സമൂഹത്തെ മുഴുവനും ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ പുരോഹിതന്മാരെ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ബിഷപ്പിനെ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ കർദിനാൾമാരെ പിന്നെ മാർപ്പാപ്പ അപ്പൊ ഒരു ക്ലസ്റ്റർ ആയിട്ട് വരും അതിങ്ങനെ ഏരിയതിരിച്ച് ഇങ്ങനെ പോരുകയാണ് ഏറ്റവും മുകളിലുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓർഡർ വന്ന് വന്ന് താഴോട്ട് വരുന്നു ഓക്കെ ക്ലസ്റ്റർ അല്ലെങ്കിൽ അതിന് ഏരിയ സാമ്പിളിംഗ് എന്നും പറയാം ദെൻ കോട്ട സാമ്പിളിംഗ് കോട്ട സാമ്പിളിംഗ് വന്നിട്ട് ഡിഫറെന്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ആക്ച്വൽ സെലക്ഷൻ ഓഫ് ഐറ്റംസ് എന്താ എന്താ എക്സാമ്പിൾ പറയുക കോട്ട സാമ്പിളിങ് കോട്ട സാമ്പിളിങ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള പ്രത്യേക ഏരിയയിലുള്ള അട്ടപ്പാടി പറയാം അല്ലെങ്കിൽ വയനാട് ഊര് അങ്ങനെയുള്ളിടത്തുള്ള ആ ഒരു ആൾക്കാരിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്രത്യേക ആൾക്കാർ അവരിലുള്ള ബിഹേവിയർ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിനാണ് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇനിയുണ്ട് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഒരു വലിയ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള എൻ്റെ കൺട്രിയിൽ ഒരു നമ്മുടെ ഇവിടെ ഉള്ള അതിനെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് തരംതിരിച്ചിട്ട് നമ്മൾ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എടുക്കുക നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക നമ്മൾ ബിഹേവിയർ മാത്രമാണ് നോക്കുന്നത് അപ്പം ഓരോ മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓരോ ഏരിയയിലുള്ള നമ്മൾ അങ്ങൊന്നും പോകണ്ട നമുക്ക് കേരളത്തിൽ തന്നെ നോക്കാം കേരളത്തിൽ നോക്കിയിട്ട് മലപ്പുറത്തുള്ളവരുടെ ബിഹേവിയർ ഇനി ലാംഗ്വേജ് എടുക്കുക അപ്പൊ പിന്നെ പ്രശ്നമില്ല പെട്ടെന്ന് മനസ്സിലാവും കൊളോക്കിയൽ ലാംഗ്വേജ് എടുക്കുക കേരളത്തിലെല്ലാം എല്ലാവരും മലയാളം സംസാരിക്കുന്നത് പക്ഷെ കൊളോക്കിയൽ ലാംഗ്വേജ് ഒന്ന് എടുത്ത് നോക്കിക്കേ ഞങ്ങൾ പാലക്കാടുകാർ സംസാരിക്കും എന്നെ നോക്കണ്ട കേട്ടോ ഞാനിങ്ങനെ അതിലായതുകൊണ്ട് ഞാൻ പാലക്കാടുകാരിയല്ല പാലക്കാരിയാണ് അതുകൊണ്ട് അത് നോക്കണ്ട പാലക്കാട് ലാംഗ്വേജ് എൻ്റയർലി ഡിഫറെന്റ് ആണ് കണ്ണൂർ ലാംഗ്വേജ് നമ്മുടെ വിജയൻ ചേട്ടനൊക്കെ പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനകത്ത് ചില വേർഡ്സുകൾ എത്ര മാറിയാലും മാറ്റാൻ പറ്റില്ല അതേപോലെ മലപ്പുറം അപ്പൊ ജോഗ്രഫിക്കൽ ആയിട്ടുള്ളത് എടുത്തിട്ട് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് നമ്മളൊരു ലാംഗ്വേജ് സ്റ്റഡീസ് നടത്തുകയാണെങ്കിൽ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ദെൻ കഴിഞ്ഞു കേട്ടോ സാമ്പിളിങ് ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റിൽ നോക്കുക അടുത്ത ദിവസം ഞാൻ വരുമ്പോൾ ഇപ്പോഴല്ല അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് എഴുതി കൈ പിടിച്ചു അപ്പൊ മറുപടി പറയാം okay then collecting the data sixth point കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ma'am okay collecting data by observation ആദ്യത്തെ ഫസ്റ്റ് ഇതും ചിലപ്പം എസ് എ ക്വസ്റ്റ്യൻ വരാം കേട്ടോ സ്റ്റെപ്സ് ആണ് പറഞ്ഞു പോകുന്നത് ഞാനത് ആ ഫ്ലോയിൽ സ്റ്റെപ്സ് ആണ് ഫസ്റ്റ് ബുക്കിലുള്ളത് ഞാൻ എന്റെ ഫ്ലോയിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ ഫസ്റ്റ് വൺ ബൈ ഒബ്സർവേഷൻ ഞാനിപ്പോ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ് എന്റെ മുമ്പില് ഒരു അമ്പത് കുട്ടികളുണ്ട് ക്ലാസ്സിൽ ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിലെ ഒബ്സർവേഷനിൽ അവർക്കറിയാം മേൻ ഞങ്ങളെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നല്ല കുട്ടികളായിരിക്കും ഇവരെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ വിട്ടിട്ട് ഞാൻ ജനലിൽ കൂടി നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഇങ്ങനെ ചില ബിഹേവിയറുകളോ കൂടെ ഉണ്ട് ക്ലാസ്സിൽ വളരെ ശാന്തമായി ഇരുന്ന വ്യക്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര അടി ബഹളം അപ്പൊ നമ്മൾ ഒബ്സർവേഷനിലൂടെ കാര്യങ്ങൾ കണ്ടെത്തുന്നു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പം അത് നമ്മൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആരെയാണ് പേഷ്യൻസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉള്ളവരെയാണ് ഈ ഡിസേർഡേഴ്സ് ഉള്ളവരിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് എത്ര മാത്രം അസുഖത്തിന്റെ ഡീപ്പ് ഡീപ്പായിട്ടുണ്ട് അവര് കമ്മ്യൂണിറ്റി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ദെൻ പുറത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു വീട്ടിൽ എന്ത് ചെയ്യുന്നു പുറത്ത് എന്ത് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു ഫസ്റ്റ് പോയിന്റ് ദെൻ ഒബ്സർവേഷനിലൂടെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നു second one through personal interview through personal interview എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരിൽ നിന്ന് നമ്മൾ ഇന്റർവ്യൂ നിങ്ങൾക്കറിയാം ഇപ്പം രണ്ട് മൂന്ന് തരത്തിൽ ഇന്റർവ്യൂ ഉണ്ട് ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ക്ലാസ്സിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിഠായി കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ തൊണ്ടവേദന ഉണ്ടെന്ന് വിചാരിക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂല് ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഉണ്ടാവും ജേർണലിസ്റ്റ് അവരൊരു കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് പോയിട്ട് ഇന്റർവ്യൂ നടത്തുന്നു സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവസരത്തിനൊക്കെ ചോദിക്കുന്നു then third example John task നിങ്ങൾ ചോദിച്ചു പോവുകയാണ് മനുഷ്യനെ കൊന്ന് കയ്യിൽ തരികയാണ് അതേപോലെയുള്ള അൺസ്ട്രക്ചേർഡ് നോൺ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ ഇന്റർവ്യൂ തന്നെ ഈ രീതിയിലുണ്ട് നമ്മൾ ചെയ്യുന്ന പോയിന്റ്സ് ആണ് കേട്ടോ പറയുന്നത് collecting detail first one is by observation second through personal interviews next one is through telephone interview നമുക്ക് ഇപ്പോഴ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു റിസർച്ച് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ടെലിഫോൺ ഇന്റർവ്യൂവേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നമുക്ക് കുറെ പേരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം ഇനി ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട് ടെലിഫോൺ ഇന്റർവ്യൂ എത്ര മാത്രം കറക്റ്റ് ആവും നിങ്ങൾ ചോദിക്കും മദ്രാസിൽ വെള്ളപ്പൊക്കം വന്നു കറക്റ്റ് ആയിട്ടും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ടെലിഫോൺ ഇന്റർവ്യൂയിലൂടെ കിട്ടുന്നുണ്ട് next one is by mailing of questionnaire നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ എയർ ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ എയർ ആകുമ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വർക്ക് ചെയ്യുന്നവര് നഴ്സുമാരുടെ ബുദ്ധിമുട്ടുകൾ എത്രമാത്രമുണ്ട് അവർക്ക് ആർക്കും നേരിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾ പേരൊന്നും എഴുതണ്ട നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണ് ഇതെല്ലാം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് തരണം നിങ്ങൾ ആരും പേര് എഴുതണ്ട അപ്പൊ കറക്റ്റ് ആയിട്ട് അവർ ഇങ്ങോട്ട് നമുക്ക് മെയിൽ ചെയ്ത് തരും ഇങ്ങനെയൊക്കെയാണ് ആര് മെയിൽ ചെയ്തൊന്നും നിങ്ങൾ അന്വേഷിക്കില്ല ഞങ്ങളുടെ റിസർച്ചിന് വേണ്ടിയിട്ട് ഓക്കെ ത്രൂ ഷെഡ്യൂൾസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അത് സ്കെയിൽ ആയിട്ട് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് സ്കെയിൽ ആവാം ഫൈവ് പോയിന്റ് സ്കെയിൽ ആവാം അല്ലെങ്കിൽ സെവൻ പോയിന്റ് സ്കെയിൽ ആവാം സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രീ പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ poor average good five point scale ആണെങ്കിൽ poor average poor below average average good perfect ആ രീതിയിലുള്ള സ്കെയിലുകൾ വെച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നു കേട്ടോ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ പറഞ്ഞ കളക്ടിങ് ദ ഡേറ്റ മനസ്സിലായി എന്ന് ഇനി മുന്നോട്ട് വരുന്നുണ്ട് അതിന്റെ തിയറി ഒക്കെ മനസ്സിലായി മനസ്സിലായി next one is the execution of the project ഇത്രയും നേരം നമ്മൾ ഇരുന്ന് ഒരു ആറ് സ്റ്റെപ്പ് ചെയ്തു നമ്മൾ രണ്ടു കൂട്ടരും കൂടെ അല്ലേ ചെയ്തത് ആറ് സ്റ്റെപ്പ് ഇത് ചെയ്തു കഴിഞ്ഞ് ഇതെല്ലാം എവിടെ എത്തി നമ്മുടെ ടേബിളിൽ എത്തി നമ്മൾ ടൂൾസ് ഒക്കെ കൊടുത്ത് നമ്മൾ ആരെയായിരുന്നു എടുത്തിരുന്നത് കലൂരുള്ള കുറച്ച് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത് അവരുടെ അഗ്രഷൻ ആൻസൈറ്റി ഡിപ്രഷൻ നമ്മൾ ആൻസൈറ്റിയുടെ ടൂളും കൊടുത്തു അഗ്രഷന്റെ ടൂളും കൊടുത്തു നമ്മൾ ഇന്റർവ്യൂ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒബ്സർവ് ചെയ്തും ഒക്കെ നമ്മൾ കാര്യങ്ങൾ റെഡിയാക്കി ഇതെല്ലാം കൂടി ഇപ്പൊ വന്നിട്ട് മൂന്ന് കെട്ടിരിപ്പുണ്ട് നമ്മളുടെ മുമ്പിൽ ടേബിളിൽ ഇനി നമുക്കിത് ചെയ്യണം ഇതെല്ലാം നമ്മൾ വേർതിരിച്ചു ഓരോരുത്തർക്കും ഉണ്ട് എന്തുകൊണ്ട് ഡിപ്രഷൻ ഉണ്ട് എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ് നമ്മുടെ ടേബിളിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അത് അതിന് ഓരോ ഇൻഫർമേഷനും വേറിട്ട് വേറിട്ടെടുത്ത് ചെയ്യാം ഇത് എല്ലാം ചെയ്യാണെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെ ദെൻ ഇത് ചെയ്താൽ മാത്രം പോരല്ലോ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് അനലൈസ് ഓഫ് ദ ഡേറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു നമ്മളോട് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത്ര പെർസെൻറ്റേജിന് ഐ ടി ഫീൽഡിൽ ചെയ്യുന്ന എയ്റ്റി പെർസെൻറ്റേജും ആ ജോബ് സ്ട്രെസ് കൊണ്ട് അൻസൈറ്റി ഡിപ്രഷനും ഒക്കെ ഇവർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത്ര പേഴ്സൻറ്റേജിന് ഇത്രയും ആയിട്ട് വന്നിട്ടുണ്ട് എയ്റ്റി പെർസെന്റേജ് ഡിപ്രഷൻ ഉണ്ട് അതിൽ തന്നെ ഒരു സെവന്റി ഫൈവ് അഗ്രസീവ് ആണ് ദെൻ ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് ഇതിന്റെ അനലൈസ് ചെയ്യാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ തരത്തിരിക്കുന്നത് eighth step analyse of the data analyse ചെയ്തു നമ്മൾ ആഫ്റ്റർ അനലൈസിങ് നമ്മൾ പണ്ടൊരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് തുടക്കത്തിൽ നമ്മളൊരു ടെൻറ്റേറ്റീവ് അസംഷൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അസംഷൻ ശരിയാണോ എന്ന് നമ്മൾ വന്ന് നോക്കും നമ്മൾ പറഞ്ഞിരുന്നു ഇവരുടെ ജോലി ഭാരം കൊണ്ടും ഓവർ വർക്ക് കൊണ്ടും ഫാമിലി പ്രഷർ പ്രഷർ കൊണ്ടുമാണ് ദ ഹാവ് ദി പ്രോബ്ലം നമ്മളത് ടെസ്റ്റ് ചെയ്യാണ് that means hypothesis test step generalisation and interpretation generalisation and interpretation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയതിനെയൊക്കെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യാണ് ഇത്ര ഇത്രയുണ്ട് നമുക്ക് കാരണം പണ്ട് നമ്മൾ റിവ്യൂ ലിറ്ററേച്ചർ നോക്കിയിട്ടുണ്ട് അഞ്ചാറ് അഞ്ചു ആറ് എന്നല്ല കുറെ പേര് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ റിവ്യൂ ലിറ്ററേച്ചർ നോക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യാണ് ഇന്ന ഇന്ന കാരണങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതെന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാണ് ഡീലിമിറ്റേഷൻസ് നമ്മൾ ചിലപ്പോൾ പറയുക അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഗ്രൂപ്പിനെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കുന്നു നിർബന്ധമില്ല എന്നുള്ളത് ഇലവൻത് പോയിന്റ് പത്ത് പോയിന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത് eleventh point preparation of the report or the thesis thesis നമ്മൾ ലേഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഇങ്ങനൊരു ബുക്ക് എടുത്ത് കാണിക്കാൻ നമ്മൾ തീസിസ് ചെയ്യുന്ന ബുക്കുകളുണ്ട് നമ്മുടെ കയ്യിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാനിത് കാണിക്കുമ്പോൾ ഇതേപോലെ വരും അപ്പൊ ഇതിനകത്ത് കാണാവോ ഓക്കെ uh, കാണാം കാണാം ഓക്കെ അപ്പൊ ഇതിനകത്ത് അവർ ചെയ്തിരിക്കുന്ന എന്താണ് emotional intelligence and self esteem comparison and adolescence internal and external locus of control എന്നും പറഞ്ഞാണ് അവർ ചെയ്തിരുന്നത് അപ്പൊ വലിയൊരു ബുക്കാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ നമ്മളും ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ വരും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അതിന്റെ ലേഔട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം സമ്മറി ആൻഡ് ഫൈൻഡിങ്സ് ഉണ്ടാവണം മെയിൻ റിപ്പോർട്ട് ഉണ്ടാവണം കൺക്ലൂഷൻ ഉണ്ടാവണം പത്ത് പോയിന്റ് ആണ് കേട്ടോ പതിനൊന്നാമത്തെ ഇല്ല പത്ത് പോയിന്റ് മനസ്സിലായോ പത്ത് പോയിന്റ് മനസ്സിലായി ഒരു മണിക്കൂർ ആയില്ല ഞാൻ പറയുന്നു തുടങ്ങിയിട്ട് ബ്രേക്ക് എടുത്ത് പറഞ്ഞില്ലേ നിങ്ങളെന്ന് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഹലോ മാമ ആ പത്ത് പോയിന്റ് ഒന്നും കൂടെ പറയാമോ പോയിന്റ് പോയിന്റ് ഉള്ളി ഉള്ളി points okay formulating the research problem okay formulating research problem നമ്മൾ പോയി കണ്ടെത്തുകയാണ് ഒരു problem formulating the research problem ഒരു റിസർച്ച് പ്രോബ്ലം കണ്ടെത്തുകയാണ് പോയിട്ട് നമ്മളെ തേടി വരികയല്ല നമ്മൾ പോയി കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി നോക്കും ഇതിനു മുമ്പ് ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ അത് നമ്മൾ പോയി നോക്കുന്ന ഗൂഗിളിലാ പോയി നോക്കുന്നത് ഇതിനു മുമ്പ് ഗൂഗിളിലോ അല്ലെങ്കിൽ ജേണൽസ് ഉണ്ടാവും ജേണൽസിലോ ലൈബ്രറിയിൽ പോയി റിസർച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതേപോലത്തെ റിസർച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് നമ്മളെടുത്ത റിസർച്ച് പ്രോബ്ലം ഏതായിരുന്നു നമ്മൾ കണ്ടെത്തിയത് കലൂര് ഒരു സ്പെഷ്യൽ ഒരു വില്ലേജ് ആര് താമസിക്കുന്നു ഐ ടി ഫീൽഡിൽ താമസിക്കുന്നവര് അവരുടെ ആൻസൈറ്റിയും ഡിപ്രഷനും അഗ്രഷനും ഒക്കെയാണ് നമ്മൾ നോക്കിയത് okay first formulating the research problem എന്നിട്ട് നമ്മൾ പോയി നോക്കും extensive literature survey second development of work hypothesis ഒരു ഹൈപ്പോത്തിസിസ് രൂപീകരിച്ചു ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഫാമിലി പ്രഷറും ജോബ് പ്രഷറും എല്ലാം കൂടി ആയിരിക്കാം ഇവർക്ക് ഇങ്ങനെയൊരു ഡിപ്രഷനിലേക്കും അഗ്രസീവ്നെസ്സിലേക്കും പോയതെന്ന് നമ്മൾ മനസ്സിൽ നമ്മൾ ഇങ്ങനെ ടെൻഡേറ്റീവ് ആയിട്ട് എഴുതി okay next preparing the research design research design വന്നപ്പോ ഞാൻ അതിനുള്ളിലും കുറെ പോയിന്റ് പറഞ്ഞായിരുന്നു കേട്ടായിരുന്നോ മക്കളെ sampling and experiment experimental controllable manipulated and expanse അതല്ലേ controlled controlled and extraneous variables അതല്ലേ ഫോർമുലേറ്റിംഗ് എ ഡിസൈനില് ഞാനിപ്പോ വന്നെത്തിയിരിക്കുന്ന preparing the research design okay preparing the research ഡിസൈനില് first point dependent and independent variable second extraneous variable third control fourth confounded relationship fifth research hypothesis sixth experimental and non experimental hypothesis testing research seventh experimental and control groups eighth treatments ninth experiment tenth experimental units doubt ഉണ്ടെങ്കിൽ ചോദിച്ചോ ഇവിടെ ഇതെല്ലാം മാം ഇതെല്ലാം കമ്പൈൻ ചെയ്താണ് ഫോർമുലേറ്റിംഗ് മീൻസ് റിസർച്ച് ഡിസൈൻ ഈ നയൻ പോയിന്റ്സ് അല്ല ഞാൻ നാലാമത്തെ പോയിന്റിൽ വന്നപ്പം റിസർച്ച് ഡിസൈൻ അതിനകത്ത് എത്ര പോയിന്റ് പറഞ്ഞു സബ് പോയിന്റ്സ് നയൻ അല്ലേ ബേസിക്കലി പത്ത് പോയിന്റിനുള്ളിൽ ഞാൻ പത്ത് പോയിന്റ് പറഞ്ഞു ഓക്കെ ഫോർത്ത് പോയിന്റ് ആയിരുന്നു preparing the research design okay അതിനുള്ളിൽ പത്ത് പോയിന്റ് പറഞ്ഞു മനസ്സിലായോ യെസ് മാഡം മനസ്സിലായി ഓക്കെ പോയിന്റ് എന്താണ് ma'am treatment experiment experimental units ma'am ma'am treatment treatment എന്ന് പറയുമ്പോൾ യു ആർ ആ അതെ ഞാൻ എന്തൊക്കെയാണോ കൊടുത്തത് ട്രീറ്റ്മെന്റ് അതിന് പറയുന്ന ഒരു ടെക്നിക്കൽ വേർഡാണ് treatment so you give a counseling after like after you put up a design you call all the people and give means ഒരു counseling session conduct ചെയ്തേ കൊടുക്കുന്നുണ്ടല്ലോ കൗൺസിലിംഗ് നമ്മളിപ്പോ talk therapy counselling means talk therapy then next ഞാൻ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്തിട്ടുണ്ടാവും ഇന്റർപേഴ്സണൽ തെറാപ്പി ചെയ്തിട്ടുണ്ടാവും ഇൻഡിവിജ്വൽ തെറാപ്പി ചെയ്തിട്ടുണ്ടാവും അങ്ങനെ എന്തൊക്കെയോ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് തോട്ട് ബ്രേക്കിംഗ് പ്രോസസ് ചെയ്തിട്ടുണ്ടാവും അതിന് എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് ട്രീറ്റ്മെന്റ്സ് ഓക്കെ മാഡം ഈ സബ് സ്റ്റെപ്സ് ഒന്നുകൂടി ഒന്ന് പറയാൻ പറ്റുമോ ഈ ടെൻ സ്റ്റെപ്സ് സബ് സ്റ്റെപ്സ് അത് പറഞ്ഞുകൊണ്ടിരിക്കുക അതിലെ നാലാമത്തതാണ് ഇത് ഇപ്പോഴത്തെയാണ് അല്ല ഡിസൈനിൽ ഡിസൈനിന്റെ അകത്തുള്ള ഓക്കെ മോനെ independent and dependent variable okay ഇത് കേൾക്കാലോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാലോ എക്സ്റ്റേണിയസ് വേരിയബിൾസ് കൺട്രോൾ അതൊരു ടെക്നിക്കൽ ടൈം ആണ് എക്സ്റ്റേണിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനെ okay that confounded variable research hypothesis experimental and non-experimental hypothesis testing research experimental and control groups then treatments experiment experimental units ഇതെല്ലാം നമ്മളുടെ സ്റ്റെപ്സിൽ fourth step preparing the research ഡിസൈനിൽ വന്നാണ് next fifth step determining the sample design sample design അറിയാലോ അതിനകത്ത് ഞാൻ വീണ്ടും സ്റ്റെപ്സ് പറഞ്ഞു ഡെലിബറേറ്റ് സാമ്പിളിംഗ് പറഞ്ഞു സാമ്പിൾ റാൻഡം സാമ്പിളിംഗ് പറഞ്ഞു സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പറഞ്ഞു ക്വാട്ട സാമ്പിളിംഗ് പറഞ്ഞു ക്ലസ്റ്റർ സാമ്പിളിംഗ് പറഞ്ഞു area sampling multi stage sampling okay ഇത്രയൊക്കെ പറഞ്ഞായിരുന്നു മൂന്നാമത്തെ ബുക്കിനകത്തായിരിക്കും കിടക്കുന്നത് കേട്ടോ ഇത് പറഞ്ഞായിരുന്നു കിട്ടി okay then next step six step collecting the data okay collecting the data okay by observation പറഞ്ഞു പേഴ്സണൽ ഇന്റർവ്യൂ പറഞ്ഞു ത്രൂ പേഴ്സണൽ ടെലിഫോൺ ഇന്റർവ്യൂ പറഞ്ഞു ബൈ മെയിലിംഗ് ക്വസ്റ്റിനെയർ പറഞ്ഞു ത്രൂ ഷെഡ്യൂൾസ് പറഞ്ഞു three point scale five point scale അതിനകത്ത് പറഞ്ഞതാണ് seven point scale okay then next step fifth കഴിഞ്ഞാൽ seventh execution of the project എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് അത് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര മാത്രം ഉണ്ട് എന്ന് നോക്കുന്നത് അതിനെ അനലൈസ് ചെയ്യുക analysing the data eighth one ninth one hypothesis testing tenth one generalisation and interpretation കിട്ടിയോ മക്കളെ ക്ലിയർ ആണ് മാം ക്ലിയർ ആണ് കുഴപ്പമൊന്നുമില്ല എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു എന്താന്നോട് പറഞ്ഞോളൂ ഡിറ്റർമൈനിങ് ദ സാമ്പിൾ ഏതിനകത്താണ് മോളെ പറഞ്ഞ ഡിറ്റർമിനിങ് ദ സാമ്പിൾ റിസർച്ച് ഡിസൈനിന്റെ താഴെ വരുന്നല്ലോ determining the sample sampling point fifth point determine the sampling design research ഡിസൈന് താഴെ അഞ്ചാമത്തെ ഓക്കെ അതിനുള്ളിലാണ് എത്ര സാമ്പിളിംഗ് ഉണ്ടെന്ന് പറഞ്ഞു തന്നത് കൺവീനിയന്റ് സാമ്പിള് ആ convenient sampling non purpose non probability sampling അല്ലെങ്കിൽ ഡെലിബറേറ്റ് സാമ്പിളിംഗ് ഈ മൂന്ന് പേര് പറയൂന്ന് പറഞ്ഞു ഓക്കെ ഡെലിബറേറ്റ് സാമ്പിളിംഗ് പിന്നെയുള്ള റാൻഡം സാമ്പിളിംഗ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അല്ലേ ആ ഓക്കെ ആ quarter sampling cluster sampling area sampling multi stage sampling കിട്ടിയായിരുന്നോ ആ കിട്ടി multi sampling multi stage sampling ഇനി എന്തെങ്കിലും പിന്നെയുള്ളത് കളക്ടിംഗ് ഡേറ്റ അല്ലേ ആ കളക്ടിംഗ് ഡാറ്റ രണ്ട് മൂന്ന് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടോ Qualities of good research. First one, good research is systematic. Good research is systematic. Systematic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പത്ത് പോയിന്റും റിസർച്ചിൽ ഉണ്ടായിരിക്കണം ഇപ്പൊ ഞാനൊരു പത്ത് സ്റ്റെപ്പ് പറഞ്ഞു ആ പത്ത് സ്റ്റെപ്പും അതിനകത്ത് ഉണ്ടായിരിക്കണം അതായത് research systematic then good research is empirical empirical എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഒബ്സർവ് ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത് അതെല്ലാം എടുത്ത് പരീക്ഷണങ്ങൾ നടത്തി അതിന് തെറാപ്പികൾ ചെയ്ത് ഇതിൽ മാറ്റം വരുത്തിയാൽ മാത്രമാണ് ഇതിന് എംപിരിക്കൽ എന്ന് പറയുന്നത് then good research is valid and verifiable reliable ആയിരിക്കണം വാലിഡ് ആയിരിക്കണം വാലിഡ് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് ഒരു യൂണി സൈക്കോളജി ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ് അത് നമ്മൾക്ക് വെരിഫൈബിൾ വെരിഫൈ ചെയ്യാൻ പറ്റണം പിന്നെ അതായത് ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ പാവ്ലോവിന്റെ തിയറി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഒന്നെങ്കിൽ ബി എഡ് കഴിഞ്ഞവരൊക്കെ പാവ്ലോവിന്റെ ഒരു തിയറി ഉണ്ട് ഇതിനോടനുബന്ധിച്ച് പറയുകയാണെ പാവ്ലോന്റെ തിയറിയിൽ പാവ്ലോവ് പട്ടി എന്നാണ് ഓർത്തിരിക്കാറ് കാരണം അദ്ദേഹം അതിൽ പട്ടിയിലാണ് എന്തുവെന്ന് എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടില് കൂട്ടില് ഒരു നായയെ വളർത്തുന്നുണ്ട് ഈ നായക്ക് ഇദ്ദേഹം ബെല്ലടിച്ചിട്ട് നിങ്ങൾ പഠിച്ചതാണോ മക്കളെ കേട്ടിട്ടുണ്ട് കേട്ടില്ല കേട്ടവരും കേൾക്കാത്തവരും ഒക്കെ കേട്ടോ നമുക്ക് സമയമുണ്ട് ഏതായാലും സമയം അനുസരിച്ച് പറയാലോ അപ്പോ ഈ നായയെ കൂട്ടിലിട്ടിരിക്കുകയാണ് എന്നിട്ട് നായക്ക് മീറ്റ് കൊണ്ടുപോയി കൊടുക്കും മീറ്റ് കൊടുക്കുമ്പോ ഇതിന്റെ വായിൽ സല സലൈവ വരും അതായത് ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഒരു റെസ്പോൺസ് വരുന്നു കൊടുത്തപ്പോഴാണ് വന്നത് പിന്നീട് നായക്ക് മീറ്റ് കൊടുക്കുന്ന സമയ സമയമാകുമ്പോൾ ബെല്ലടിക്കും ബെല്ലടിക്കുന്ന കേൾക്കുമ്പോഴും വായ നായയുടെ വയല് വെള്ളം വരും കാരണം എന്താന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ് അവിടെ കൊടുത്തിട്ടൊന്നുമില്ല പക്ഷെ കൊടുക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ വരുന്നത് അപ്പം ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ അവിടെ വായിൽ വെള്ളം വരാൻ തുടങ്ങി റെസ്പോൺസ് വരാൻ തുടങ്ങി കണ്ടീഷണൽ സ്റ്റിമുലസും ഉണ്ട് അൺകണ്ടീഷണൽ സ്റ്റിമുലസും അവിടെ നടക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഇത് ഇതിങ്ങനെ നടന്നു അദ്ദേഹം ക്ലാസിക്കൽ തിയറിയൊക്കെ ഉണ്ടാക്കി അത് വിട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇന്നും അതേ പരീക്ഷണം നടത്തുകയാണെങ്കിൽ അത് റീലബിലിറ്റി ഉണ്ടായിരിക്കും അന്ന് ചെയ്തതാണ് വീണ്ടും ഇന്ന് ചെയ്തു വാലിഡിറ്റിയും ഉണ്ട് ഉണ്ടല്ലോ ഉണ്ട് ഉണ്ടല്ലോ അവ മിണ്ടുന്നില്ല ഒരാളെങ്കിലും ഉണ്ട് ഓക്കെ അത് റിയലബിലിറ്റി ഉണ്ട് വാലിഡിറ്റി ഉണ്ട് വാലിഡിറ്റി ഉള്ളതെന്ന് നിന്നും അതിന് വാലിഡിറ്റി ഇനി പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കം ബംഗ്ലാദേശിൽ ഉണ്ടായപ്പം അവരവിടെ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ ഇവിടെ ചോദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇന്നും ഇവിടെ സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ വാലിഡിറ്റി ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും സൈക്കോളജിയുടെ ചെയ്യുമ്പോൾ വെരിഫൈബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള ടൂൾസ് വേണം ഉപയോഗിക്കാൻ നമുക്കൊരിക്കലും ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള വ്യക്തികളായിട്ടില്ല നമ്മൾ നമ്മൾ സൈക്കോളജിയുടെ ടൂൾസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളായിട്ടില്ല അപ്പൊ നമ്മൾ യൂണിവേഴ്സലായിട്ട് ടൂൾസ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രഷന് ടൂൾ ഉണ്ട് ഈ ടൂളൊക്കെ നമ്മൾ വാങ്ങുന്നത് പ്രസാദ് നമ്മൾ സാധാരണ വാങ്ങുന്നത് Prasad psycho W W dot Prasad psycho എന്ന ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ടൂൾസ് ഒക്കെ അവിടെ ഉണ്ടാവും അടുത്ത വർഷം നിങ്ങൾ ഇത് ചോദിച്ചു വരും അതുകൊണ്ടാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചോട്ടോ അപ്പൊ അവിടെയാണ് ടൂൾസ് കിട്ടുന്നത് അപ്പൊ അവിടുന്ന് നമ്മൾ ടൂൾസ് വാങ്ങുകയാണ് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാകും ഒരു ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടൂൾസ് കിട്ടും ഏത് ടൂൾസും അവിടെ ഉണ്ട് അത് യൂണിവേ ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല okay then good research is logical logical എന്ന് പറയുമ്പം അത് ജനറൽ ടു സ്പെസിഫിക് ആവാം സ്പെസിഫിക് ടു ജനറൽ ആ അതായത് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് എന്ന് പറയും general to specific or specific to general ഇത് നിങ്ങളുടെ ബുക്കിനകത്ത് എട്ടാമത്തെ പേജിൽ എന്നാ പറയുന്നത് കേട്ടോ ഒന്നാമത്തെ ബുക്കിൽ എട്ടാമത്തെ പേജിലാണ് qualities of good research logical ആയിരിക്കും അതായത് general to specific general to specific എന്ന് പറഞ്ഞാൽ ഇപ്പൊ സയൻസിലാണെങ്കിൽ ചെമ്പരത്തി പൂവ് അണിച്ചിട്ട് അതിന്റെ ഇതൾ പഠിപ്പിക്കുന്നു ദെൻ സ്പെസിഫിക് ടു ജനറൽ ആണെങ്കിൽ ചെമ്പരത്തി പൂവിന്റെ ഇതൾ കാണിച്ചിട്ട് എന്ത് ചെമ്പരത്തി പൂ പഠിപ്പിക്കുന്നു ഇനി അത് ഹ്യൂമൻ ബിഹേവിയറിലേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അസുഖമുണ്ട് നമ്മളിപ്പോ ഒരു ഏരിയയിൽ ചെന്നു അപ്പൊ നോക്കുകയാണ് എക്സാമ്പിൾ പറയുമ്പോൾ ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ കൊല്ലം ഏരിയയിൽ ചെന്നു അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എല്ലാവർക്കും ക്യാൻസർ വരുന്നുണ്ട് നമ്മൾ ആദ്യം നമ്മൾ അറിഞ്ഞത് നമുക്കൊരു നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ വന്നപ്പോഴാണ് നമ്മൾ അവിടെ പോയത് അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ കുറെ ആൾക്കാർക്കുണ്ട് സ്പെസിഫിക് ടു ജനറൽ അപ്പൊ അതൊരു ജനറൽ ആയിട്ടുള്ള കാര്യമായിരുന്നു ദെൻ ജനറൽ ടു സ്പെസിഫിക് ഒരു നമുക്കറിയാം കുറേ ആൾക്കാർക്ക് നമുക്ക് അട്ടപ്പാടി ഊരിലെ കാര്യം അറിയണമെങ്കിൽ ജനറൽ ആയിട്ടുള്ളതാണ് അതിൽ നിന്ന് ഒരെണ്ണത്തിന് എടുത്താൽ മതി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും okay then good research develops theories and principles in a stay നിങ്ങളുടെ പുസ്തകത്തിൽ അതുകൊണ്ട് കേട്ടോ good research develops theories and principles നമ്മള് നമുക്കിപ്പോ ഒരു തിയറി ഉണ്ടാക്കണം ചിന്തിക്കുകയാണ് ഒരു തിയറി നമുക്ക് ഇതിന ഇതിന് ബേസ് ചെയ്ത് ഉണ്ടാക്കണം നമ്മളൊരു സബ്ജക്റ്റ് കണ്ടെത്തി തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മുന്നോട്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ എന്റെ എന്നാലും പറയാണ് തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് പോകും നമുക്ക് തന്നെ പോകാം അതാണല്ലോ ഏറ്റവും പർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കെങ്കിലും ഒക്കെ കൊള്ളും അതുകൊണ്ട് നമ്മൾ അട്ടപ്പാടിയിൽ പോയിട്ട് തിയറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെയുള്ള ആൾക്കാരുടെ പർട്ടിക്കുലർ ബിഹേവിയർ അവർ മാറാൻ സന്നദ്ധമല്ല ഊരിനുള്ളിലേക്ക് എത്ര കടന്നു നിന്നാലും ഇന്നും അവർ മാറാൻ സന്നദ്ധമല്ല കൃത്യമായിട്ട് പറയാം അവരുടെ മക്കളൊക്കെ പുറത്ത് മലബാർ സ്കൂൾ എന്ന് പറഞ്ഞൊരു റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത് പക്ഷെ ആ കുട്ടികളിൽ മാത്രം അല്പം വ്യത്യാസം വരുന്നു എന്നല്ലാതെ അവരുടെ ഊരുകൾക്ക് വ്യത്യാസം വന്നില്ല ഇറങ്ങി പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി ഇത് തിയറി പഠിക്കാൻ വേറെ ഉണ്ട് നമുക്ക് പക്ഷെ ഇപ്പൊ നമ്മൾ പോയി നോക്കുന്നത് നമ്മളൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു അവരെ കുറിച്ചുള്ള കൾച്ചറില് അല്ലെങ്കിൽ സോഷ്യൽ പരമായ പേഴ്സണൽ പരമായ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒരു തിയറി ഉണ്ടാക്കുന്നു അപ്പൊ നമ്മുടെ റിസർച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു തിയറി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് ഈസ് റിപ്ലിക്കബിൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിരുന്നു റിപ്ലിക്കബിൾ ആണ് അത് കഴിഞ്ഞത് പാവലോന്റെ പട്ടിയെ ഇന്നും നമ്മൾ എടുത്താല് ആ പാവലോ ഉപയോഗിച്ച പട്ടിയല്ലെങ്കിലും നമ്മുടെ നായ്ക്കളാണെങ്കിലും അത് എന്താകും അങ്ങനെ ഈ വെല്ലക്ക അടിച്ചു കൊടുത്താൽ അതിന്റെ വായിൽ സലൈവ വരും എന്നുള്ളത് ഓക്കെ ആ പേജ് കഴിഞ്ഞു കേട്ടോ അപ്പൊ ക്വാളിറ്റീസ് ഓഫ് ഫുഡ് റിസർച്ച് ആണ് ഇപ്പൊ പറഞ്ഞത് ആ നിങ്ങളുടെ ബുക്കിനകത്ത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ തന്നെ ഉണ്ട് systematic empirical valid and verifiable ലോജിക്കും ഡെവലപ്സ് തിയറീസ് കിട്ടിയില്ലേ റീലബിലിറ്റി എന്താണെന്ന് മനസ്സിലായായിരുന്നല്ലോ ഒരിക്കൽ ചെയ്തതിനെ വീണ്ടും ചെയ്യുമ്പോൾ റിപ്പീറ്റബിൾ ഓക്കെ ദെൻ ഞാൻ ചെയ്തത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എത്ര പേരുണ്ട് നൂറ്റി ഒൻപത് പേര് നിങ്ങൾ നൂറ്റി ഒൻപത് നൂറ്റി പത്ത് പേരിന് ഞാൻ ചെയ്യുകയാണ് ഒരു നിങ്ങളിലെ ഒരു ഡിപ്രഷൻ അളക്കുകയാണ് ഓക്കെ ഞാൻ അളന്നു ഇത്ര മാത്രം പേർക്ക് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്ന് ഡിപ്രഷന്റെ അളവളന്നു എന്നിട്ട് എനിക്ക് ഈ തിയറി വീണ്ടും അപ്ലൈ ചെയ്യണം ഇത് ഇത് റിയലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രേമ മാമിന് തോന്നി ഇന്ന പിന്നെ ഇതിന് ഈ മെഴ്സി പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി പ്രേമ മാം എന്ത് ചെയ്തു ഇതിൽ പകുതി പേരെ എടുത്തിട്ട് ചെയ്തു അപ്പോഴും റിസൾട്ട് കറക്റ്റ് തന്നെ കിട്ടണം അതിനാണ് എന്ത് പറയുന്നത് സ്പിരിറ്റ് ഹാഫ് മെത്തേഡ് രണ്ടായിട്ട് തിരിച്ചിട്ട് ഞാൻ നൂറ് പേരിൽ ചെയ്തു വന്നിട്ട് മാമിനോട് പറഞ്ഞു മാമേ ഈ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെയാണ് ഇവർക്ക് ഇത്ര പേർക്ക് ഡിപ്രഷൻ ഉണ്ട് ഇവർക്ക് ഇത്ര പേർക്ക് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ മാം എന്ത് ചെയ്തു ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാരെയും കിട്ടിയില്ല ഒരു അമ്പത് പേരെ എടുത്തിട്ട് പകുതി പേരെ എടുത്തിട്ട് അപ്പോഴും ഇത് കറക്റ്റ് തന്നെ ആയിരിക്കണം ഓക്കെ എടോ ഓക്കെ ഒരാളെങ്കിലും പറഞ്ഞോ പാർട്ടിക്കുലർ സിറ്റുവേഷൻ <laughs> ഒന്നുമില്ല ഓക്കെ വാലിഡിറ്റി ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ പറയാണ് എറണാകുളത്തുള്ള ആ കുറച്ച് പേര് എടുത്തിട്ട് നമ്മൾ ചെയ്യാണ് ഒരു സിറ്റുവേഷൻ ആണ് ആ സിറ്റുവേഷനിൽ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ചെയ്യാൻ പറ്റുന്നതാണ് നോ ചെയ്ത് ഒന്ന് എടുത്തിട്ടാണ് ഇപ്പൊ വീണ്ടും അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നത് അപ്പൊ വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കണ്ടന്റ് വാലിഡിറ്റി നോക്കും ഈ തന്നിരിക്കുന്ന content validity then criterion related validity ഉണ്ട് അതെന്താ criterion related validity criterion related validity should relate closely to other measure of same theoretical groups ആണ് ഞാൻ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തി ഞാൻ ഉപയോഗിച്ചത് സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെട്രിക്സ് ആയിരുന്നു ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ആണ് ഞാൻ ഉപയോഗിച്ചത് സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെത്തേഡ് ആയിരുന്നു നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ അതുകൊണ്ട് ആ പേര് തന്നെ പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെട്രിക്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തു ഒരു ആളുടെ ഇന്റലിജൻസ് അളന്നു സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെട്രിക്സിന് എസ് പി എം എന്ന് പറയും അത് ഉപയോഗിച്ച് ചെയ്തു അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് പിന്നെ ഒരു സംശയം ഇതൊക്കെ ഈ ഒരു ഇത് കറക്റ്റ് ആണോ ഞാൻ പിന്നെ പോയിട്ട് ബാട്ടിയാസ് ബാറ്ററി എടുത്തിട്ട് ഒന്നുകൂടി സെയിം ആൾക്കാരെ ചെയ്യിപ്പിച്ചു കറക്റ്റ് ആയിട്ട് രണ്ടും ഒരേപോലെ ഐക്യു കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ എനിക്ക് ഐക്യു അറിയണം നിങ്ങൾ അമ്പത് പേരുടെ ഐക്യു എനിക്കറിയണം ഞാൻ ആദ്യം എസ് പി എം ഉപയോഗിച്ച് ചെയ്തു സ്റ്റാൻഡേർഡ് ബഗസി മെട്രിക്സ് എന്നുള്ളത് ഉപയോഗിച്ച് ചെയ്തു അപ്പൊ എനിക്കൊരു ഐക്യു ലെവൽ കിട്ടി ഇത്ര പേർക്ക് ഇത്രയാണെന്നുള്ളത് അപ്പൊ എനിക്ക് സംശയം ഇത് ഇത്ര കറക്റ്റ് ആണോ അപ്പൊ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു അടുത്ത ഒരു വേറൊരു ആളുടെ വേറൊരു വ്യക്തിയുടെ ഐ ക്യൂ ടെസ്റ്റ് എടുത്തിട്ട് അതും കൂടി ചെയ്ത് നോക്കി രണ്ടും ആ യെസ് കറക്റ്റ് ആണ് വാലിഡിറ്റി ഉണ്ട് രണ്ടും കറക്റ്റ് ആണ് വാലിഡിറ്റി നോക്കുന്നു കേട്ടോ കോൺകറന്റ് വാലിഡിറ്റി കോൺകറന്റ് നിങ്ങളുടെ ബുക്കിൽ ഇരുപത്തി ആറാമത്തെ പേജിലാണ് if a test measures anxiety it would be set to have concurrent validity if it rigidly reflects the current level of anxiety experienced by an individual ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കോൺകറന്റ് വാലിഡിറ്റി വാലിഡിറ്റി വാലിഡിറ്റി നോക്കുന്നത് ഈ വ്യക്തിയുടെ അൻസൈറ്റി ലെവല് നമുക്ക് കാണുമ്പോൾ അറിയാം ഇവർക്ക് ഇത്രമാത്രം അൻസൈറ്റി ഉണ്ട് എന്ന് ഡോക്ടർ പറയാണ് ഡോക്ടറെ അടുത്ത് പോയി ഞാൻ തന്നെ ഡോക്ടറെ അടുത്ത് പോവാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു നോക്ക ഇവർക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ആണ് അപ്പൊ നിങ്ങൾക്ക് ഏയ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവർക്ക് ഇപ്പൊ ആൻസൈറ്റി വരാൻ ഒരു കാരണവുമില്ല എന്നിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ആൻസൈറ്റി ടെസ്റ്റ് നടത്തി ആരും പറഞ്ഞത് കേട്ടിട്ടൊന്നും പറ്റില്ലല്ലോ നമ്മൾ ആൻസൈറ്റി ടെസ്റ്റ് നടത്തി അപ്പോഴാണ് മനസ്സിലാവുന്നത് കറക്റ്റ് ആണ് എന്നുള്ളത് കിട്ടിയോ ഓക്കെ കിട്ടിയാലും ഇല്ലെങ്കിലും then predictive predictive validity predictive ah, validity when criterion measures are obtained at a time after the test hmm. ഒരു ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ പുസ്തകത്തിലെ എക്സാമ്പിൾ തന്നെയാ പറയുന്നത് കേട്ടോ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഞാനിപ്പോ ഈ എക്സാം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ പാസ്സാവും ആരൊക്കെ ഫെയിലാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുകയാണ് എൻട്രൻസ് എക്സാം നടത്തുന്നതിന് മുമ്പേ പിള്ളേരുടെ ഒരു പരീക്ഷ അവർ തന്നെ നടത്തി നോക്കും ഇതിൽ ആരൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളത് അപ്പൊ അതിന് മാത്രം ഇതുണ്ടെന്ന് അത് കഴിഞ്ഞാൽ അവർ തന്നെ തീരുമാനിക്കുകയാണത് കേട്ടോ ഓക്കെ ദെൻ കൺസ്ട്രക്ട് വാലിഡിറ്റി അത് കുറെ എണ്ണം ഉണ്ട് കേട്ടോ എക്സാമ്പിൾ പറയാനേ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് എബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് കുട്ടി ആക്ച്വലി എക്സ്ട്രോവേർട്ടഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ടർ വാലിഡിറ്റി അത് ചെയ്യുന്നു then apti music aptitude test നടക്കുന്നു ഈ കുട്ടിക്ക് മാത്രം മ്യൂസിക് അല്ല ഉണ്ട് ഇവർ പറഞ്ഞാൽ മാത്രം പോരല്ലോ നമുക്ക് അറിയണമല്ലോ ടെസ്റ്റ് നടത്തി നോക്കുന്നു ഉണ്ടോ എന്നുള്ളത് നോക്കുന്നു മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മുമ്പിലില്ലാത്ത കാരണം then convergent validity. Convergent validity convergent validity ഇത് നമുക്ക് നമുക്ക് മനസ്സിലാകുകയാണ് ഈ കുട്ടിക്ക് സയൻസിൽ ബയോളജിക്ക് നല്ല മാർക്കുണ്ട് അപ്പൊ ഈ കൊച്ചിന് ഫിസിക്സിനും ഇതേപോലെ ഉണ്ടോ ഒരു കോറിലേഷൻ ഉണ്ടോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളുടെ സബ്ജക്റ്റിലേക്ക് നമുക്കിത് ഫിസിക്സിനും കെമിസ്ട്രിയിലൊന്നും അല്ല ചെയ്യേണ്ടത് ഹ്യൂമൻ ബിഹേവിയറിലാണ് ചെയ്യേണ്ടത് ഹ്യൂമൻ ബിഹേവിയറിൽ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുകയാണ് ഒരാൾക്ക് നമ്മുടെ ഫേമിൽ ജോലി ചെയ്യുന്നിടത്ത് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ആണ് നമ്മൾ ഇവർക്ക് ഇവിടെ മാത്രമുള്ളൂ ഈ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഇവർക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മളൊന്ന് അവരൊന്ന് മെഷർ ചെയ്ത് നോക്കുവാണ് ഫാമിലിയിലെ ഇയാളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ആ രീതിയിലുള്ളതാണ് കൺവർജന്റ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി ഇതിനകത്ത് നമ്മൾ ഒന്നും നോക്കുന്നില്ല തിയറിറ്റിക്കലായിട്ട് മാത്രം നോക്കുന്നു ഇദ്ദേഹത്തിന് ഇന്ന അസുഖമുണ്ട് നമ്മൾ ഒരിടത്തും പോയി നോക്കുന്നു പരീക്ഷിക്കുന്നു ഒന്നുമില്ല ഇത് ഇത് ഉണ്ട് എന്ന് നമ്മൾ തിയറിറ്റിക്കലായിട്ട് പറയാണ് ഇത് ഉണ്ട് എന്നുള്ളത് ഫേസ് വാലിഡിറ്റി നെക്സ്റ്റ് ഇതൊരു subjective opinion of the researcher ആണ് ഫേസ് വാലിഡിറ്റി ആ റിസർച്ചർ ആണ് തീരുമാനിക്കുന്നത് ഇന്ന് ഇന്നത് ഉണ്ട് എന്ന് ഉള്ളത് subjective opinion of the researcher ആണ് നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കും ഞാനാണ് റിസർച്ചർ എങ്കിൽ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഇന്നതാണ് എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് എടുക്കുന്നുണ്ട് അത് ഫേസ് വാലിഡിറ്റി ആണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു ഇന്ന വ്യക്തിക്ക് ബൈപോളാർ ആണ് അദ്ദേഹം ബൈപോളാറിലേക്ക് കടന്നു അല്ലെങ്കിൽ ബൈപോളാർ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് മുന്നിലേക്ക് വന്ന വ്യക്തിയെ മനസ്സിലാക്കി എടുക്കുന്നത് സബ്ജക്റ്റീവ് ഒപ്പീനിയൻ ആണ് ഞാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന വ്യക്തിക്ക് എന്താണ് എന്ന് ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഏതാണ് എന്നുള്ളത് മറ്റാരും അല്ല അവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഫേസ് വാലിഡിറ്റി ആണ് ഇദ്ദേഹത്തിന് ഇത്രമാത്രം ഇന്ന ഇന്ന ഡിസോർഡേഴ്സ് ഇന്ന ഇന്ന ഇന്ന സിംറ്റംസ് ഉള്ളത് കൊണ്ട് ഇന്നതാണ് എന്ന് ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നതാണ് അല്ലാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്ക് റിസർച്ച് ചെയ്യേണ്ടത് ബൈപോളാറിലാണ് അപ്പൊ ഡോക്ടറാണ് പറഞ്ഞത് ഇത്ര പേരുണ്ട് ഇവിടെ ഒരു അമ്പത് പേഷ്യൻസ് ഉണ്ട് ബൈപോളാറിന്റെ ഇന്ന ആൾക്കാരാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് അവർക്ക് സിംറ്റംസിൽ മാറ്റങ്ങളുണ്ട് പക്ഷെ എല്ലാവരും ബൈപോളാർ പേഷ്യൻസ് ആണ് അപ്പോൾ ഡോക്ടറിന്റെ തീരുമാനമാണ് ഡോക്ടറാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല ഇവര് ബൈപോളർ ആണെന്ന് നമുക്ക് ആകെ സിംറ്റംസ് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് ഹെറിഡിറ്ററി ഇതൊക്കെ നമുക്ക് നോക്കുന്നുണ്ട് ഇതിനനുസരിച്ച് ഇവരിൽ വ്യത്യാസമുണ്ട് ഇവരുടെ സിംറ്റംസിൽ വ്യത്യാസമുണ്ട് പക്ഷെ ഇവരെല്ലാം എന്റെ ബൈപോളർ പേഷ്യൻസ് ആണ് ഓക്കെ നമ്മുടെ ബുക്കിൽ ഇങ്ങനെ എക്സാമ്പിൾസ് ഒന്നും കാണില്ല <laughs> മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു പോകുന്നത് പറയുമ്പോ കേൾക്ക് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ തന്നെ സെറ്റിംഗ് ഉണ്ടാവും ഞാൻ പറയുന്ന എക്സാമ്പിൾസ് നിങ്ങൾ കേൾക്കുക ഓക്കെ ഇന്റേണൽ വാലിഡിറ്റി അവിടെ ഒരു ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു എക്സ്റ്റേണൽ വേരിയബിളും അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അതാണ് ഇന്റേണൽ വാലിഡിറ്റിയിൽ വരുന്നത് അമ്മായിമ്മയും മരുമോളും തമ്മിൽ എത്ര പറഞ്ഞാലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പൊ ഒരു ഇന്റേണൽ വാലിഡിറ്റി അതിന്റെ ആ ലോജിക്കാണ് ഇന്റേണൽ വാലിഡിറ്റിയിൽ വരുന്നത് കേട്ടോ ഈ ഇനി ഇനി മുന്നോട്ട് പോയാല് ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി നിങ്ങളുടെ ബുക്കിലാണേ പറയുന്നത് ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി അതിൽ ഫസ്റ്റ് കൺഫൗണ്ടിങ് ഞാൻ പറഞ്ഞായിരുന്നു ആ വേർഡ് കൺഫൗണ്ടിങ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കൺഫൗണ്ടിങ്ങില് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ മാറി ഒറ്റയ്ക്ക് നിപ്പുണ്ട് ആ ഒരു ഫിഗർ ഞാൻ മദർ ലോയാണ് വെച്ചിരുന്നത് അത് എന്താണ് അവിടെ നിപ്പുണ്ട് ബാക്കി ഇവരുടെ ഫാമിലിയിലെ പ്രോബ്ലംസ് ഇവർ എത്ര സോൾവ് ചെയ്താലും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റണില്ല അതിങ്ങ് കയറി വരുവാണ് അകത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് അത് കയറി വരികയാണ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പൊ അവിടെ ഒരു പ്രോബ്ലം മേക്കിംഗ് ആയിട്ട് അതിന് പറയുന്ന പേരാണ് കൺഫൗണ്ടിങ് മനസ്സിലായെന്ന് വിചാരിക്കും ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ എനിക്കറിയാം കണ്ടില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാവും കാരണം വീട്ടിൽ പ്രോബ്ലം ഉണ്ടാവുമ്പോ ഓക്കെ സെക്കൻഡ് ആ threads to internal validity S A question ഒക്കെ വരാറുണ്ട് സാധാരണ സാധാരണ ഒന്ന് രണ്ട് പോയിന്റും കൂടെ പറയാമേ selection bias selection bias selection bias B I A S നിങ്ങളുടെ ബുക്കിനകത്തുണ്ട് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ അതിന് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും റിസർച്ചിന് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ റിസർച്ചിന് സെലക്ട് ചെയ്യുമ്പോൾ ആ ഇത് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സീറോ സീറോ ഫൈവും സീറോ സീറോ സിക്സും പാസ്സായെങ്കിൽ മാത്രമേ എന്റെ മക്കൾക്ക് പ്രോജക്റ്റും ചെയ്യാൻ പറ്റുള്ളൂ പ്രോജക്റ്റിന്റെ സിനോംസിസ് വെക്കാൻ പറ്റുള്ളൂ കാരണം പ്രോജക്റ്റിന്റെ സിനോംസിസ് വെക്കുമ്പം സീറോ സീറോ ഫൈവിന്റെയും സീറോ സീറോ സിക്സിന്റെയും അതായത് റിസർച്ച് മെത്തഡോളജിയുടെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും മാർക്ക് ലിസ്റ്റും കൂടി വെക്കേണ്ടി വരും എന്നാലേ അവരവിടെ അംഗീകരിക്കുള്ളൂ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് റിസർച്ച് മെത്തഡോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും ഇരുന്ന് പഠിച്ച് പാസ്സാകണം ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ പഠിക്കുന്ന സബ്ജക്റ്റിലെ ഏറ്റവും പേഴ്സണാലിറ്റിയും കോഗ്നേറ്റീവും ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ലൈഫ് സ്പാനും ഒക്കെ ഇത് നിങ്ങൾക്ക് കേൾക്കാൻ സുഖമാണെങ്കിലും പഠിക്കാൻ അത്ര അങ്ങോട്ട് വരില്ല ഇച്ചിരി ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിയും റിസർച്ച് മെത്തഡോളജിയും എല്ലാവർക്കും ആയിരിക്കില്ല എന്നാലും അപ്പൊ ഇത് നന്ന ഇനി എക്സാം എഴുതുമ്പോൾ വേണമെങ്കിൽ ഇത് മാത്രം ഇത് രണ്ടും മാത്രം എഴുതി വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാം എന്നാലും നിങ്ങൾക്ക് പ്രോജക്റ്റ് നോക്കാം ഇന്റേൺഷിപ്പ് ചെയ്യാം പ്രോജക്ട് സെക്കൻഡ് ഇത് പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ രണ്ട് പേപ്പറും കുട്ടികൾ കൃത്യമായിട്ട് ചെയ്യണം പഠിച്ചേ പറ്റൂ അപ്പൊ അത് പഠിക്കണം ഓക്കെ ഫൈവ് റിസർച്ച് മെത്തഡോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും ഇനി സെലക്ഷൻ ബയാസ് നമ്മളൊരു പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ കുറെ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അത് ഇന്റേണൽ ആയിട്ടുള്ള കുറേ തടസ്സങ്ങൾ നമുക്ക് നിൽക്കുന്നുണ്ട് നമുക്കൊരു ഒരു ഓർഗനൈസേഷൻ എടുക്കാം ഓർഗനൈസേഷനിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട് ഇനി ഇതൊന്നും വേണ്ട C B S E school എടുത്താൽ നിങ്ങൾക്കറിയാം സാലറി കൊടുത്തിട്ട് അത് തിരിച്ചു സാലറി ചെക്കിൽ ഒപ്പിടിപ്പിക്കുന്നതല്ല സാലറി ഇവർക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ ഉള്ളിൽ കൂടെയുള്ള ഒരുപാട് പ്രോബ്ലംസിന് അത് കയറി ചെന്നിട്ട് നമുക്ക് ഒരിടത്തും നമുക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ളത് ചെയ്യാൻ പറ്റാത്തതായ കുറെ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് റിസർച്ച് ചെയ്യുമ്പോൾ സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതും കെറിച്ചിലാൻ പറ്റുന്നതുമായിട്ടുള്ളതേ നമുക്ക് കാരണം നമുക്ക് പ്രൂഫ് കാണിക്കണം നമ്മൾ ഇതാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇങ്ങനെയാണ് എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേരിയബിൾസ് എടുക്കുമ്പോഴും ചില വേരിയബിൾസ് ഒന്നും നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് പരിശ്രമിച്ചു ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിറ്റൽ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും പലപ്പോഴും അത് സോൾവ് ചെയ്യാൻ പറ്റിയല്ല കാരണം എസ്ട്രോണിയസ് വേരിയബിൾ അവിടെ കൺഫൗണ്ടിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പം സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും അതിനെ നമുക്ക് മാറ്റാനും പറ്റില്ല അതേസമയത്ത് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഞാനൊരു വേർഡ് കൺട്രോൾ പറഞ്ഞിരുന്നു നേരത്തെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുന്നുണ്ടാവും content validity first okay second criterion related validity ഇന്റലിജൻസിന്റെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഒരു ടെസ്റ്റ് നടത്തിയപ്പോ എനിക്ക് തോന്നി അവര് ചെയ്തത് എന്ന് ഞാൻ അടുത്ത ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു അവർ ഈ ടെസ്റ്റ് എനിക്ക് നടത്തിയത് ഇതൊന്നും ശരിയല്ല എനിക്ക് ഇത് കൂടുതൽ അയക്കുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ വേറെ ഒരെണ്ണം വെച്ചിട്ട് ചെയ്തു ആദ്യം സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് വെച്ച് ചെയ്തു അപ്പൊ എൻ്റെത് കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു ഏ ഇതൊന്നുമല്ല നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെല്ലുവാണെങ്കിൽ പറയാല്ലോ ഈ എന്റെ കൊച്ചിന് ഐക്യു ഇത്ര കുറവൊന്നുമില്ല അപ്പൊ ഡോക്ടർ വീണ്ടും വേറെ ഒരാളെ കൊണ്ട് വേറെ ഒരാളുടെ അടുത്ത് പോവാ നമ്മള് അപ്പൊ ഡോക്ടർ ബാറ്റേഴ്സ് ബാറ്ററി വെച്ച് ജയിപ്പിച്ചു അത് ജയിച്ചപ്പോഴും സെയിം ആണ് കിട്ടിയതെങ്കിൽ രണ്ടും ഒരുപോലെയാണ് ഓക്കെ ദെൻ കോൺകറന്റ് വാലിഡിറ്റി എനിക്ക് ഭയങ്കര ആണ് അപ്പോൾ ഡോക്ടർ ആ അൻസൈറ്റി ഡോക്ടർ നോക്കിയിട്ട് ഇവർക്ക് ഇത്ര അൻസൈറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ അതിന് ഫേസ് വാലിഡിറ്റിയെ ഈ ഫേസ് വാലിഡിറ്റി കിട്ടിയതിനെ നമ്മൾ വീണ്ടും ആൻസൈറ്റി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റിന്റെ വാലിഡിറ്റി ആയിട്ട് വന്നു ഡയഗ്നോസ് ചെയ്ത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്ത് okay predictive validity that means entrance exam എഴുതാൻ പോകുമ്പോൾ നമുക്കറിയാം സി ബി എസ് ഇ സ്കൂളിലൊക്കെ പിള്ളേര് പത്താം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നീ ഒന്നും ഇത്തവണ ഒമ്പതിൽ തന്നെ നിന്നാ മതി പത്തിലേക്ക് പോകണ്ടെന്ന് ചിലപ്പം പറയും അല്ലേ ഞങ്ങളുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിനു മുമ്പേ അവര് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അതിന് പറയുന്ന പേരാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി കേട്ടോ മനസ്സിലായല്ലോ ദൈവം ഇതൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ആരും പോയി ഒന്നും ചെയ്യരുത് ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്ന കേട്ടോ ദെൻ കൺസ്ട്രക്ട് വാലിഡിറ്റി ആ എനിക്ക് എന്റെ ക്ലാസ്സിലെ കുട്ടികളിൽ രണ്ടുപേരെ ലീഡർ ആക്കണം ഒരാളെ സെക്രട്ടറി ആക്കണം അപ്പൊ ഞാൻ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് അതിൽ നിന്ന് എടുത്തു പിന്നെ വേറൊരു എക്സാമ്പിൾ നിങ്ങളിതിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ് പിന്നെ ഒരു എക്സാമ്പിൾ നിന്ന് മൂന്ന് കുട്ടികൾക്ക് ഏകദേശം ഒരുപോലെ മ്യൂസിക്കില് കിട്ടി എനിക്ക് ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അപ്പൊ അവരുടെ അത് കൺസ്ട്രക്ട് വാലിഡിറ്റി ഞാൻ എനിക്ക് തിരിച്ചറിയണല്ലോ അത് തന്നെ അത് കേട്ടോ കൺവേർജന്റ് വാലിഡിറ്റി ഓൾറെഡി അവിടെ ഒരു മെഷർ ചെയ്തിട്ടുണ്ട് അത് ആയിട്ട് കോറിലേറ്റ് ചെയ്യാണ് മെഷർ ചെയ്തു പിന്നെ നമ്മളത് പോയിട്ട് തിയററ്റിക്കലായിട്ട് നോക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എന്താണെന്നുള്ളത് ബാക്കി പുസ്തകങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പേഴ്സണാലിറ്റിയിലൊക്കെ വരുവാണെങ്കിൽ പഠിക്കണം പക്ഷെ കേട്ടോ പേഴ്സണാലിറ്റിയിലൊക്കെ വരികയാണെങ്കിൽ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഇപ്പൊ ഞാൻ പറയണേ ഒരു എക്സാമ്പിൾ പറയാവേ പേഴ്സണാലിറ്റിയിൽ പറയുന്നുണ്ട് ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നാല് ടൈപ്പിലുള്ള ഫ്ലൂയിഡ് ഉണ്ട് blood black bile yellow bile then yes കഫം ഇതില് എന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് വെയിൽ ആയിരുന്നു അപ്പൊ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഇവർക്ക് ഡിപ്രഷൻ ഉള്ളതും ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉള്ളതും അപ്പൊ അത് രണ്ടും കൂടി തിയറിയും ഇതും കൂടി കോറിലേറ്റ് ചെയ്ത് പോവുകയാണ് ഓക്കെ കിട്ടിയോ കിട്ടി കിട്ടി വാലിഡിറ്റി അത് പറഞ്ഞല്ലോ ഞാൻ ടെക്നിക്കലി പ്രൊഡിക്റ്റഡ് കോറിലേറ്റ് വിത്ത് അത് പറഞ്ഞു ദെൻ ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി അല്ലേ അടുത്തത് അത് തിയറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല തിയറിറ്റിക്കലായിട്ടൊന്നും തെളിയിക്കാൻ പറ്റിയല്ല പക്ഷെ ഇങ്ങനെ ഇതെന്തുകൊണ്ട് നമുക്കത് വെട്ടിക്കേറി മുറിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ചില കാര്യങ്ങൾ അത് വരുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ വരാം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വന്നിട്ട് നമുക്കിതൊന്നും പ്രിഡിക്ട് ചെയ്ത് വരാൻ പറ്റുന്നില്ല പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് വന്നു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് മുഴുവനും ഞാൻ ഇട്ടിട്ടുണ്ട് ഏതില് എന്റെ പേര് മേഴ്സി തോമസ് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ കാണാം യൂട്യൂബിൽ കയറി നോക്കിയാൽ മുഴുവൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ സിംറ്റംസും കാര്യങ്ങളും കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ ദെൻ ഫേസ് വാലിഡിറ്റി കേട്ടോ face validity validity refers to what appears to measure superficially അതായത് subjective opinion of the researcher ആണ് ഞാൻ പറയുകയാണ് ഇന്ന വ്യക്തിക്ക് നമുക്ക് ഇയാൾക്ക് ബൈപ്പോളാർ ഉണ്ട് പോയി പരിശോധിപ്പിച്ചു നോക്ക് പോയി ടെസ്റ്റ് ചെയ്ത് പരിശോധിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ അദ്ദേഹത്തിന് ബൈപ്പോളാർ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു അമ്പത് പേഷ്യന്റിനെ ഇതെല്ലാം ബൈപ്പോളാർ പേഷ്യന്റ് ആണ് പക്ഷെ അവർക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സിംറ്റംസ് വ്യത്യാസമുണ്ട് എങ്കിൽ പോലും എല്ലാവരും ബൈപ്പോളാർ ആണ് എന്ന് പറയുന്നത് ദെൻ ഇന്റേണൽ വാലിഡിറ്റി ആണ് കേട്ടോ അടുത്തത് അത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വരും